പുതിയ ആൾക്കാരുടെ മറ്റേ ഇതിലങ്ങോട്ട് ആ കൂടെ അങ്ങ് പോകാൻ ചാൻസ് പുതിയ ടേംസ് സാറ് തന്നെ ഒന്ന് പറഞ്ഞു തരേണ്ടി വരും ഞങ്ങൾക്ക് കേട്ടോ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഞാൻ പതുക്കെ ചെയ്തു പോകും ഹലോ സാറേ ഹലോ സാർ ഹലോ കഴിഞ്ഞ ക്ലാസ്സിൽ കഴിഞ്ഞ ക്ലാസ്സിലെ കുറച്ച് പേരെങ്കിലും ആ ലിങ്ക് ക്ലാസ് മുഴുവൻ നമുക്ക് കേൾക്കാൻ പറ്റില്ല നെറ്റ് പ്രോബ്ലം ഒക്കെ ഉണ്ടായിട്ട് കട്ടായി പോയി നമുക്ക് നമുക്ക് ഇനി സാറ് ആ ക്ലാസ് നമുക്കൊന്ന് കേൾക്കാനായിട്ടേ അത് എങ്ങനെ അതിന്റെ ഒരു സാധ്യതകൾ എങ്ങനെയാണ് സാറേ അത് ഞാൻ സിസ്റ്റർ അടുത്ത് പറഞ്ഞു അവര് അവര് ലിങ്ക് റെക്കോർഡ് ചെയ്യുന്നുണ്ട് ഓക്കെ അവിടെ ഉണ്ടോ സിസ്റ്റർ ഉണ്ടോ അപ്പോ ഹലോ ഇല്ല ഉണ്ട് ഓക്കെ അപ്പൊ അത് അവര് ചോദിച്ചു കഴിഞ്ഞാൽ ആ ലിങ്ക് അയച്ചു തരും അവർ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് അവര് കേട്ടോ ശരി ശരി thank you thank you first class sir നേരത്തെ ഒരു സാറ് ഇൻഫോം ചെയ്തതുപോലെ തന്നെ ഞങ്ങൾ കുറച്ചുപേരൊക്കെ ഫസ്റ്റ് ആയിട്ട് ഇതിനെ കുറിച്ച് വലിയ അറിവില്ലാത്തവരാണ് അപ്പോ കുറെ ക്ലാരിഫിക്കേഷൻസും വരുമ്പോ ഞങ്ങൾക്കത് ശരിക്കും ക്ലിയർ ആവുന്നില്ല മറ്റെല്ലാവരും കൂടി പറയുമ്പോ അതപ്പോ ലാസ്റ്റത്തേക്ക് കുറച്ചുകൂടി ക്ലാസ് കഴിഞ്ഞിട്ട് ഡിസ്കഷൻ ആണെങ്കിൽ എളുപ്പമായിരുന്നു ഒട്ടും വേണ്ടെന്നല്ല ഇടയ്ക്ക് സാറ് കോൺവെർസേഷൻ നല്ലതാ ആ ഓക്കെ സാർ ഓക്കെ ഓക്കെ മനസ്സിലായി ഞാൻ ഈ അറ്റൻഡൻസ് മാർക്ക് ചെയ്യണോ ഈ അറ്റൻഡൻസ് ആക്സസ് ഡിനൈഡ് എന്ന് പറയുന്നു വരുന്നു കാര്യം അവിടെ കോർഡിനേറ്റർ ഇല്ല തോന്നുന്നു അല്ലേ ഹലോ അതെ ഞാൻ അയക്കുന്നത് അവിടെ Okay, okay, per sir. sir. We, want one coordinator uh, whom we can contact for clearing every doubts. Because uh, regional center is Kochi, study center is uh, Kacheri, and they are not in a position to give the clear indication, clear doubts. So if coordinator is there, everybody everybody can contact him as and when required. To get the clarification about the uh, link, about the classroom, about the contact program. And further, my suggestion is that many of our friends are in need of personal contact for of the group. Some 10, 15, whoever, uh, some 50 members are there, and if they are a volunteer and if they are convenient to attend, uh, let them arrange, let us arrange uh, special place where we can personally contact and discuss letters. This is suggestion, sir. Okay okay നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പ് Hello hello you have any WhatsApp group to communicate each other വാട്സാപ്പിൽ ഉണ്ട് സാറ് ഉണ്ട് sir Yes, sir. Yes, sir. We have a group in our study uh, study center. हाँ भेज दिया ना ग्रुप में okay okay Varghese sir Varghese sir എവിടെ ഏത് സ്റ്റഡി സെന്ററിലാണ് ഹലോ ഹലോ Bharat Mata query എനിക്ക് വന്നത് കോണ്ടാക്ട് ചെയ്യാൻ സാർ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഉണ്ടല്ലോ മറ്റുള്ളവരുടെ ഓക്കെ അത് ഇൻഡിവിജ്വൽ ആയിട്ട് അറ്റൻഡ് ചെയ്യാം ക്വയറീസ് ഓക്കെ നമുക്ക് സെഷനിലേക്ക് കിടക്കുന്നത് സെഷനിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ആരോ എന്നോട് പറഞ്ഞു അതായത് ചില ഫിഫ്റ്റി പെർസെന്റേജ് ആയിട്ടുള്ള ആൾക്കാർ ഇതിനെക്കുറിച്ച് തീരെ ഐഡിയ ഇല്ലാത്തവരാണ് അപ്പോ ഞാൻ ഇനിയുള്ള സെഷൻസ് കുറച്ചും കൂടി ഒരു പ്രാക്ടിക്കൽ ഓറിയന്റഡ് ആയിട്ട് എൻ്റെ എക്സ്പീരിയൻസ് ഓഫ് കൗൺസിലിംഗ് വെച്ചിട്ട് ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കാം ഓക്കെ തിയറട്ടിക്കൽ അതെ ഓക്കെ അപ്പോ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് the key factors for success in counselling അത് പറഞ്ഞു അല്ലെ willingness motivation commitment and faith Sir, now, can you uh, ask other students to mute yourself? Yeah, yeah, other students, please mute yourself. If you are, you can unmute and ask. Okay. So willingness എന്ന് പറയുന്നത് നമുക്കറിയാം വില്ലിങ്നെസ് എന്ന് പറയുന്നത് ക്ലയന്റിന് ഉണ്ടായിരിക്കേണ്ട പാർട്ടാണ് part of client okay client willing അല്ലെങ്കിൽ റെസിഡൻസിൽ തന്നെ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ആ കൗൺസിലിംഗ് സക്സസ് ആവില്ല മോട്ടിവേഷൻ മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ റെഡി ടു ചേഞ്ച് എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാവണം അതില്ലെങ്കിലും ചിലപ്പോൾ കൗൺസിലിംഗ് നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാലും ചിലപ്പോൾ സക്സസ് ആവില്ല കമ്മിറ്റ്മെന്റ് നമ്മൾ നടക്കുന്ന ടാസ്കുകൾ ഇപ്പൊ counselling okay sure sure sure okay so commitment എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇറ്റ്സ് നമ്മൾ കൊടുക്കുന്ന ടാസ്കുകൾ അതായത് നമ്മൾ നമ്മൾ പറഞ്ഞ സ്റ്റെപ്സ് ഏതൊക്കെയായിരുന്നു ഐഡന്റി responding personalising and one more step is there initiating അത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇല്ല ആക്ച്വലി കാർക്കഫിന്റെ മോഡൽ വരുന്ന അവസാനത്തെ സ്റ്റെപ്പാണ് ഇനീഷ്യേറ്റിംഗ് എന്ന് പറഞ്ഞ സ്റ്റെപ്പ് ഓക്കെ ഇനീഷ്യേറ്റിംഗിൽ നമ്മൾ ക്ലൈന്റ് പ്രോബ്ലം ഓൺ അപ്പ് ചെയ്യുകയും അത് ചേഞ്ച് ചെയ്യാൻ തയ്യാറാവുകയും ചെയ്തു കഴിഞ്ഞു ഓക്കെ അപ്പോൾ അതിനുശേഷമാണ് പ്രോസസ്സ് നടക്കുക ചിലപ്പോൾ ഏതെങ്കിലും സൈക്കോ തെറാപ്പി ചെയ്യുന്നുണ്ടാവും അല്ലെങ്കിൽ ബിഹേവിയർ സ്കിൽസ് ഏതെങ്കിലും പഠിക്കുന്നുണ്ടാവാം ഇങ്ങനെയുള്ളതിൽ ഇനീഷ്യേറ്റീവ് എടുക്കാൻ തുടങ്ങുന്നു how we can solve this problem എന്നുള്ളത് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ പാറ്റേൺ ചേഞ്ച് ചെയ്യേണ്ടി വരാം ഇങ്ങനെയൊക്കെയുള്ളത് നമ്മളൊരു ടാസ്ക് കൊടുത്തു കഴിഞ്ഞ് പിന്നീട് ഫോളോ അപ്പിന് വരുന്നതിന് മുമ്പേ ആ ഒരു കമ്മിറ്റ്മെന്റ് ക്ലയന്റിനില്ലെങ്കിലും അവിടെ സക്സസ് ഉണ്ടാവില്ല കൗൺസിലിങ്ങിന് പിന്നെ ഫെയ്ത്ത് നമ്മളുടെ തെറാപ്പിയിലും നമ്മുടെ കൗൺസിലിങ്ങിലും അവർക്ക് ട്രസ്റ്റോ ഫെയ്ത്തോ ഇല്ലെങ്കിലും കൗൺസിലിംഗ് സക്സസ് ആവില്ല ഇതൊക്കെ ക്ലൈന്റിന്റെ പാർട്ടിൽ നിന്നും ഉണ്ടാവേണ്ട ഒരു കാര്യങ്ങളാണ് ഇതൊക്കെ ഇല്ലെങ്കിലും കൗൺസിലിംഗ് എന്ത് ചെയ്യാം ഫെയിലിയർ ആവാം സോ ഒരു കൗൺസിലിംഗ് ഡിസ്കണ്ടിന്യൂ ചെയ്യുക ഫെയിലിയർ ആവുകയും ചെയ്യുമ്പം ഇറ്റ് ഈസ് അത് ആ ഒരു പ്രോസസ്സാണ് അല്ലാതെ ഒരു കൗൺസിലറുടെയോ അല്ലെങ്കിൽ കൗൺസിലിന്റെയോ കൗൺസിലിയുടെയോ ഒരു ചിലപ്പോൾ കഴിവുകേടായിരിക്കില്ല അപ്പൊ ഈ പ്രോസസ്സിൽ ഇതെല്ലാം ഇൻക്ലൂഡ് ആയിരിക്കണം കൗൺസിലിന്റെ നിന്നുള്ള സ്കിൽ കൗൺസിലറുടെ നിന്നുള്ള സ്കില്ലും കൗൺസിലറുടെ നിന്നുള്ള willingness motivation commitment and faith അല്ലാതെ കൗൺസിലറുടെ സ്കില്ല് മാത്രം കൊണ്ട് ചിലപ്പോൾ കൗൺസിലിംഗ് സക്സസ് ആവാൻ പറ്റണമെന്നില്ല okay so these are the key factors in success in counseling and last uh, last part is termination അപ്പോൾ നമ്മൾ അറ്റൻഡ് ചെയ്തു ക്ലയന്റിനെ ക്ലയന്റ് റെസ്പോണ്ട് ചെയ്തു ക്ലയന്റിനോട് റെസ്പോണ്ട് ചെയ്തു അതിനുശേഷം പേഴ്സണലൈസിംഗ് സ്റ്റേജിലേക്ക് എത്തി ക്ലയന്റിന് അവയർനെസ് കിട്ടി എന്തൊക്കെയാണ് ചേഞ്ച് ചെയ്യേണ്ടതെന്ന് അത് കഴിഞ്ഞ് ഇനീഷ്യേറ്റ് ചെയ്യുന്നു ഇനീഷ്യേറ്റ് ചെയ്യുന്ന പറയുമ്പോൾ സെട്ടൺ ഗോൾസ് നമ്മൾ ഉണ്ടാക്കുന്നു അതിനനുസരിച്ച് വർക്ക് ചെയ്യാൻ തുടങ്ങുന്നു ക്ലൈന്റ് ഇനീഷ്യേറ്റ് ചെയ്യുന്നു അതിനുശേഷം ഈ ഗോൾ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ പറഞ്ഞല്ലോ every counselling has a goal ആ ഗോൾ അച്ചീവ് ചെയ്ത് കഴിഞ്ഞു എന്ന് കഴിഞ്ഞ കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു ടെർമിനേറ്റ് ചെയ്യുന്നു what is the importance of termination എന്താണ് ഒരു ടെർമിനേഷൻ സ്റ്റേജിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഇതുവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാത്തവർ ഒന്ന് ട്രൈ ചെയ്യാം ഒരു ഒരു ക്ലയന്റ് കൗൺസിലിംഗിന്റെ അവസാന പാട്ടായ ടെർമിനേഷൻ ചെയ്യേണ്ട ഒരു ആവശ്യം എന്താണ് അല്ലെങ്കിൽ counsellor out yes very good ക്ലയന്റിനെ നമ്മൾ ഇൻഡിപെൻഡന്റ് ആക്കാൻ വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത് ഡെർമിനേഷൻ ചെയ്യുന്നത് ഇല്ലെങ്കിൽ ചിലപ്പോ ഏതൊരു ചെറിയ പ്രോബ്ലം വരുമ്പോഴും ക്ലയന്റ് എന്ത് ചെയ്യും കൗൺസിലിംഗ് കൗൺസിലറോട് അപ്രോച്ച് ചെയ്യുകയും അത് ഡിപ്പെൻഡന്റ് ആവുകയും ചെയ്യും അപ്പോൾ ഡിപ്പെൻഡൻസി അല്ല നമുക്ക് വേണ്ടത് അൾട്ടിമേറ്റ്ലി ക്ലയന്റിനെ നമ്മൾ ഇൻഡിപെൻഡന്റ് ആക്കണം ആ പ്രോബ്ലം ഇനി ഫ്യൂച്ചറിൽ ഇതേപോലെയുള്ള സിമിലർ പ്രോബ്ലംസ് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് കൗൺസിൽ കൗൺസിലിംഗ് നമ്മൾ ഇൻഡിപെൻഡന്റ് ആക്കുകയാണ് ചെയ്യേണ്ടത് so termination is required okay suppose the goal is achieved the termination begins ഈ ടെർമിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പെർമനന്റ് ആയിട്ട് ടെർമിനേറ്റ് ചെയ്യണമെന്നില്ല ചിലപ്പോൾ ഒരു കുറച്ച് കാലം കഴിഞ്ഞ് ചിലപ്പോൾ ഫോളോ അപ്പ് നമുക്ക് ആവശ്യമാണെങ്കിൽ ഫോളോ അപ്പ് കൊടുക്കാം ജസ്റ്റ് കാരണം ഒരു ബിഹേവിയർ ചേഞ്ച് ചെയ്യാൻ ഒരു ബിലീഫ് ഷിഫ്റ്റ് എന്ന് പറയുന്നത് പാർട്ട് ഓഫ് സെഷൻ ഒരു കൗൺസിലിംഗ് കൊണ്ട് ചിലപ്പോൾ മാറാൻ മാറ്റാൻ പറ്റണമെന്നില്ല ചിലപ്പോൾ വീണ്ടും അങ്ങനെയുള്ള പ്രസിപിറ്റേറ്റിംഗ് ഫാക്ടർ അങ്ങനെയുള്ള സന്ദർഭങ്ങൾ വീണ്ടും വരുന്ന സമയത്ത് ക്ലൈൻറ്റിന് ചിലപ്പോൾ കോപ്പ് അപ്പ് ചെയ്യാൻ പറ്റാതെ വരാം ആ സമയത്ത് ക്ലയന്റിനെ അപ്രോച്ച് ചെയ്യാം that is up to client follow up sessions also required ഇനി നമുക്ക് ഒരു ക്ലയന്റിനെ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് we cannot able to move forward എന്നുള്ളൊരു ഘട്ടം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും നമ്മള് നമ്മുടെ സ്കില്ലും എക്സ്പീരിയൻസ് ഒക്കെ വെച്ച് നോക്കി പക്ഷെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല ആ ക്ലയന്റിനെ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ what is the next thing refer to another counsellor yes refer to another counsellor അതാണ് അവിടെയാണ് റഫറൽ കൗൺസിലിംഗ് വരുന്നത് നമുക്ക് എല്ലാവർക്കും എല്ലാ കേസസും ചിലപ്പോൾ എന്നില്ല ചിലപ്പോൾ എന്തെങ്കിലും ഒരു അത് നിങ്ങളുടെ ലാക്ക് ഓഫ് സ്കില്ലല്ല ശരിക്കും പറഞ്ഞാൽ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല ഇത് മുന്നോട്ട് പോയാൽ ശരിയാവില്ല എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അത് കൗൺസിലറിന്റെ ഒരു സ്കില്ലാണ് അവയർനെസ് ആണ് yes I can able to move forward എന്നുള്ളത് കൗൺസിലറുടെ അത് മനസ്സിലാക്കുന്നത് കൗൺസിലറുടെ സ്കില്ലാണ് അത് കഴിഞ്ഞ് നമുക്ക് റെഫർ ചെയ്യാം ചിലപ്പോ അനദർ കൗൺസിലർ എടുത്താൽ ചിലപ്പോ വർക്ക് ആകുന്നിരിക്കാം okay qualified P H D counselling because Hmm. because of the attainment attitude of the boy and girl. The girl hmm. says, I have a good job and I don't want this. I, I want to stand my own, my own food, and I never expect his cooperation. Boy also says, I have a good family background, I have a good salary. And so the attainment attitude of the boy and girl uh, resulted in the failure, even though the psychologist was a well man, well, well qualified and well experienced man. Please come Yes, sir. yes. It happens sir actually counsellor എന്ന് പറയുന്നത് നമുക്ക് എല്ലാ സ്കില്ലും ഉള്ള ഒരാളെന്നല്ല നമുക്ക് we have our own personal characteristics our own skills but understanding our limitation is important നമുക്ക് ചില ലിമിറ്റേഷൻസ് ഉണ്ടാവും ആ ലിമിറ്റേഷൻസ് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് കൗൺസിൽ ചെയ്ത് കഴിഞ്ഞാൽ യെസ് നമുക്ക് പറ്റാത്ത കേസുകൾ നമുക്ക് റെഫർ ചെയ്യാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ there is no problem okay first but we have to understand our personality and this one limitations that's all okay thank you sir അപ്പോൾ സർ അപ്പോൾ ഇത് ഏത് സ്റ്റേജ് കഴിയുമ്പോഴാണ് നമുക്കത് മനസ്സിലാവുന്ന മീൻസ് എപ്പോഴാണ് ഇതിന്റെ ആ ഒരു ഘട്ടം വരുന്നത് നമുക്ക് വേറൊരു റെഫറിലേക്ക് പോകണം എന്നൊരു ഘട്ടം വരുന്നത് ആ ഓക്കെ അത് നമ്മളൊരു സൈക്കിൾ പോലെ അത് വീണ്ടും വീണ്ടും നമ്മൾ കറങ്ങി വരും അതായത് നമ്മൾ അറ്റൻഡ് ചെയ്യും ക്ലയന്റിന് റെസ്പോണ്ട് ചെയ്യും ഇമോഷൻസും ഇതൊക്കെ അറ്റൻഡ് ചെയ്ത് മുന്നോട്ട് പോകുന്ന സ്കില്ലൊക്കെ യൂസ് ചെയ്ത് അറ്റൻഡ് ചെയ്ത് അറ്റൻഡ് ചെയ്ത് എക്സ്പ്ലോർ ചെയ്യുന്ന സമയത്ത് ക്ലയന്റ് ഒരു ഘട്ടത്തിൽ എത്തിക്കഴിഞ്ഞാലും എന്ത് ചെയ്യില്ല റെസിസ്റ്റൻസിൽ തന്നെ നിൽക്കും client is he knows not able to accept that sir അപ്പൊ ഇതൊരു നാലോ അഞ്ചോ സ്റ്റേജ് ആയിട്ടല്ലേ നമ്മൾ ഇതിനെ ഒരു ഒരു ക്ലയന്റിനെ നമ്മൾ അറ്റൻഡ് ചെയ്യുന്ന ഒരു നാലോ അഞ്ചോ സ്റ്റേജ് വരെ നമ്മൾ എന്തായാലും കൊണ്ടുപോകും ആഫ്റ്റർ പേഴ്സണലൈസേഷൻ കഴിഞ്ഞതിന് ശേഷമേ നമുക്ക് എവിടെയെങ്കിലും ഒന്ന് തീരുമാനിക്കാൻ പറ്റുള്ളൂ പറ്റുള്ളൂ തീർച്ചയായിട്ടും നമ്മൾ പരമാവധി ട്രൈ ചെയ്യുക പേഴ്സണലൈസിംഗ് എന്താ സർ നമ്മള് നമ്മുടെ എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഴ്സണലൈസിങ് സ്റ്റേജിലേക്ക് എത്തിക്കലാണ് ക്ലയന്റിന് ഓക്കെ ഇൻസൈറ്റ് ബെറ്റർ ക്ലാരിറ്റി ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് പക്ഷെ ആ ക്ലയന്റ് ഇമോഷൻസ് നമ്മൾ പരമാവധി അറ്റൻഡ് ചെയ്തിട്ടും അതെത്തുന്നില്ലെങ്കിൽ no need to waste the time you can refer okay അപ്പം നമുക്ക് അങ്ങനെ ഒരു എന്തെങ്കിലും ഒരു സ്കെയിലോ അങ്ങനെ എന്തെങ്കിലും ഒരു ഇതുണ്ടോ നമുക്കൊന്ന് മീൻസ് ആ ക്ലയന്റുമായിട്ടുള്ള ആ ഒരു ഏതെങ്കിലും ഒരു ടെസ്റ്റോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കാൻ പറ്റുമോ നമുക്ക് ഒന്നുമില്ല ഇല്ല അത് നമുക്ക് മനസ്സിലാവുമല്ലോ കാരണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴും വീണ്ടും ഇവർ ആ ഫീലിംഗ് തന്നെ തിരിച്ചു വരും ഇവർ എവിടെയാണോ സ്റ്റാർട്ട് ചെയ്തത് ആ ഫീലിംഗ് തന്നെ വീണ്ടും തിരിച്ചു വരും മുന്നോട്ട് കടക്കില്ല അവര് ഓക്കെ ഓക്കെ ഓക്കെ ശരിയാണ് sir okay sir sir hello sir yes sir ഇപ്പോ ഒരു എക്സാമ്പിൾ ഇപ്പൊ പേരൻസ് ഒരു അഡോളസെന്റ് ഏജിലുള്ള ഒരു ഒരു പെൺകുട്ടിയോ ഒരു ആൺകുട്ടിയോ കൗൺസിലിംഗ് വേണം ഈ കുട്ടിക്ക് കൗൺസിലിംഗ് വേണം എന്ന് പറഞ്ഞു കൊണ്ടുവരുവാണെന്ന് വിചാരിക്കേ അപ്പൊ നമ്മൾ ആ കുട്ടിയോട് സംസാരിക്കുമ്പോൾ നമുക്ക് ആ കുട്ടിക്ക് ഒരു പ്രോബ്ലം തോന്നുന്നില്ല അത് പേരൻസിന്റെ കാഴ്ചപ്പാടിലുള്ള ഒരു ഇത് മാത്രമാണെങ്കിൽ നമ്മൾ എങ്ങനെ അതിന് ഡീൽ ചെയ്യും നമ്മുടെ ഒരു ഇതിൽ നമുക്ക് ആ കുട്ടി പെർഫെക്റ്റ്ലി ഓൾറൈറ്റ് ആണെന്ന് നമുക്ക് തോന്നുവാണ് അപ്പോൾ പേരൻസ് ആണ് ഈ കുട്ടിയെ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പൊ അങ്ങനെയുള്ള കണ്ടീഷൻസിൽ നമ്മൾ എന്ത് എന്ത് നിലപാടാണ് സ്വീകരിക്കേണ്ടത് ഓക്കെ ഓക്കെ നല്ലൊരു ക്വസ്റ്റൻ ആണ് അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് എന്താ ചെയ്യുക നമ്മൾ പ്രോബ്ലം അപ്പൊ അതായത് ചിലപ്പോൾ പാരന്റ്സ് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ പ്രോബ്ലംസ് പ്രൊജക്ട് ചെയ്യുന്ന കുട്ടിയിലായിരിക്കാം ഓക്കെ അതാണ് അതിന്റെ റീസൺ ഉണ്ടാവും ട്രയാങ്കുലേഷൻ എന്നൊക്കെ പറയും അപ്പോൾ ആ അങ്ങനെയുള്ള സമയത്ത് ആ പാരന്റ്സിനെ നമ്മൾ ഇരുത്തിയിട്ട് സൈക്കോ എഡ്യൂക്കേഷൻ കൗൺസിലിംഗ് പാരന്റ്സിനാണ് വേണ്ടത് അവയർനെസ് കുട്ടിക്കല്ല പക്ഷെ പക്ഷെ പാരന്റ്സ് അത് വില്ലിങ് ആവും അതിന് വില്ലിങ്നെസ്സിനകത്ത് അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടല്ലോ ചിലപ്പോ കുട്ടി പാരന്റ്സ് കൊണ്ടുവരുന്ന കുട്ടിയാണെങ്കിൽ കുട്ടി അതിനകത്ത് വില്ലിങ് ആവില്ല ചിലപ്പോ പാരന്റ്സിനാണ് വേണ്ടെങ്കിൽ അവരത് വില്ലിങ് ആവണമെന്നുണ്ടോ അത് നമ്മൾ എസ്പെഷ്യലി അഡോളസൻസും ചിൽഡ്രൻ ഒക്കെ ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ളവരെ കൊണ്ടുവരുന്ന സമയത്ത് നമ്മൾ തീർച്ചയായിട്ടും അവരുടെ പാരൻസിനെയോ അല്ലെങ്കിൽ ഗാർഡിയൻസിനെയോ അതിൽ ഇൻക്ലൂഡ് ചെയ്യും കാരണം ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള കുട്ടികൾക്ക് എൻവയോൺമെന്റ് ഇമ്പോർട്ടന്റ് ആണ് അപ്പൊ കുട്ടിയെ നമ്മൾ കൗൺസിൽ ചെയ്ത് കഴിഞ്ഞിട്ട് problem is existing on parents എന്ന് വന്നു കഴിഞ്ഞാൽ നെക്സ്റ്റ് സെഷൻ നമ്മൾ പാരന്റ്സിന് തന്നെയാണ് കൊടുക്കുന്നത് അത് അഡൾട്ട് അഡൾട്ട് മാതിരിയല്ല കുട്ടികളിലെ അഡോളസെന്റിലൊക്കെ ചെറിയ ഡിഫറൻസ് ഉണ്ട് okay termination so we need to terminate the case അപ്പോൾ ഇപ്പോ സ്റ്റേജസ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു അതായത് നമ്മൾ സ്റ്റേജസ് ആണ് രാവിലെ മുതലേ നോക്കിയത് attending responding personalising and initiating last termination termination ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ് അതായത് എക്സ്പ്ലോറേഷൻ എന്ന് പറഞ്ഞ ഒരു എക്സ്പ്ലോറേഷൻ എന്ന് പറഞ്ഞ ഏത് സ്റ്റേജിലാണ് വരിക എക്സ്പ്ലോറേഷൻ എന്ന് പറഞ്ഞ ഒരു പ്രോസസ്സ് പ്രോബ്ലം എക്സ്പ്ലോറേഷൻ ഏതിലാണ് uh, personalization personalization any other responding responding ഇനീഷ്യേഷനിലും വരും ഇനീഷ്യേഷനിലും വരുമല്ലോ അല്ലേ പിന്നെ നമുക്ക് സോൾവ് ചെയ്യാം സ്റ്റാർട്ടിങ് പേഴ്സണലൈസേഷൻ uh, തുടങ്ങി അത് ബിഫോർ കൗൺസിലിംഗ് എക്സ്പ്ലോറേഷൻ തുടങ്ങുന്നത് ഓക്കെ റീഇൻഫോഴ്സ് ഒപ്പീനിയൻസ് ഉണ്ടല്ലേ റീഇൻഫോഴ്സ് ഇതിലും വരുന്ന എല്ലാ ഞാൻ ഞാൻ ഒന്നുകൂടി ക്ലിയർ ആക്കാം നമുക്ക് നാല് അഞ്ച് സ്റ്റേജസ് ആണുള്ളത് first stage attending second stage responding third personalising fourth initiating fifth termination okay ഈ ഒരു സ്റ്റേജില് ഏതിലാണ് എക്സ്പ്ലോറിംഗ് പറഞ്ഞത് കൂടുതൽ വരുന്നത് എക്സ്പ്ലോർ ചെയ്യുന്നത് ഉണ്ടല്ലോ ഫസ്റ്റ് പേഴ്സണലൈസേഷൻ കൂടുതൽ പേഴ്സണലൈസേഷൻ ആയിട്ടാ ഫീൽ ചെയ്യുന്നത് കാരണം അവിടെ വെച്ചല്ലേ മോർ ഇന്ററാക്ഷൻ ഉണ്ടാകുന്നത് കൗൺസിലറുമായിട്ട് യെസ് ഞാൻ പറയുന്നത് കേസ് കൂടുതൽ എക്സ്പ്ലോറേഷൻ നടക്കുന്നത് ഏത് സ്റ്റേജിലാണ് case third stage third stage ആണ് പേഴ്സണലൈസിങ് അല്ലേ സാർ ഇപ്പൊ അറ്റൻഡിങ്ങിലാണെങ്കിൽ ഇപ്പൊ ഒരാൾ ഒരു കൗൺസിലിംഗ് നമ്മുടെ അടുത്ത് വന്നു നമ്മളൊരു വാം വെൽക്കം എൻവയോൺമെന്റ് ഒക്കെ കൊടുത്തു അവരും നമ്മളുമായിട്ട് ഒരു ഇന്ററാക്ഷൻ ഉണ്ടാക്കി ഒരു റാപ്പോർട്ട് ഉണ്ടാക്കി അത്രയും അത്രയും അല്ലേ വരുന്നുള്ളൂ നമ്മൾ അറ്റൻഡിങ്ങിൽ വരുന്നത് ഹലോ ആക്ച്വലി ഞാൻ ഞാൻ പറയാം ഞാൻ പറയാം ഞാൻ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഒപ്പീനിയൻ പറയാം ആസ് പെർ മോഡൽ വരുന്നതിൽ അറ്റൻഡിങ് നമ്മൾ വരുന്നത് ക്ലയന്റിന് നമ്മൾ ഇൻവോൾവ് ചെയ്യിക്കുകയാണ് okay involving in counselling responding സ്റ്റേജിൽ നമ്മൾ എന്ത് ചെയ്യുന്നു ക്ലയന്റ് പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്നു ആ സമയത്ത് ക്ലൈന്റിന് തോന്നുകയാണ് yes I can more explore more എന്നുള്ളത് ഓക്കെ റെസ്പോണ്ടിങ് സ്റ്റേജിലാണ് എക്സ്പ്ലോറേഷൻ കൂടുതൽ നടക്കുന്നത് ഓക്കെ പേഴ്സണലൈസിങ് സ്റ്റേജിൽ നടക്കുന്നത് അണ്ടർസ്റ്റാൻഡിങ് ആണ് ക്ലയന്റിന് ബെറ്റർ ക്ലാരിറ്റി കിട്ടുവാണ് പ്രോബ്ലത്തിന്റെ എല്ലാ ആംഗിളിലും ഓക്കെ പേഴ്സണലൈസിംഗ് നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നു ഇനീഷ്യേറ്റിംഗിൽ അണ്ടർസ്റ്റാൻഡ് കഴിഞ്ഞു ഇനി ആക്ഷൻ പ്ലാൻ ആണ് ഇനീഷ്യേറ്റിംഗ് സ്റ്റേജിൽ എന്ത് ചെയ്യാൻ ഇനി എനിക്ക് എന്റെ ഭാഗത്ത് ഇന്ന് കറക്റ്റ് ചെയ്യാനുണ്ട് എന്ത് ചെയ്യാം എനിക്ക് എന്നുള്ളത് മൂന്നാം അവസാനത്തത് നമ്മൾ എന്ത് ചെയ്യുന്നു ആ ഗോൾ അച്ചീവ് ചെയ്ത് കഴിഞ്ഞ് ടെർമിനേറ്റ് ചെയ്യുന്നു there is Abdul. Uh, mute eh, you. Can you can you mute, mute all? Excuse me, sir. Yeah. Excuse me, sir. Yeah, it's it's from CHF Study Center. Could you yes, could you please keep your video on? Uh, I think it's it's all uh, oh, mute. Okay, but the the bandwidth is slow. That is why I kept it open, uh, closed. Uh, sir, it is recording, so we need uh, your face oh, okay. to record. Thank you. Okay, okay, sir. Thank you. Sir. So, uh, yeah, my question is that. so you are clear now. Now the second question is, suppose if our problem, നമ്മൾ ഒരാൾക്ക് ഇൻസൈറ്റ് കിട്ടാനുള്ളതാണ് personalizing stage എന്ന് പറഞ്ഞു പക്ഷെ ശരിക്കും ആ പ്രോബ്ലത്തിൽ അയാൾ അയാളുടെ ഭാഗത്ത് തന്നെ അല്ല മീൻസ് ആ നമ്മൾ നേരത്തെ പറഞ്ഞ കേസാണെങ്കിൽ ആ വൈഫിന്റെ ഭാഗത്താണ് നമ്മൾ കറക്റ്റ് ചെയ്യേണ്ടത് എങ്കിൽ എന്ത് ചെയ്യും after exploring all these things after personalising also he realise problem is with his wife wife's behaviour and attitude so what to do we will have a sitting We, we can ask, uh, we can tell him that uh, he has to bring. കഴിഞ്ഞ വർഷം റീ എക്സാം അവസരം കൊടുത്തിട്ടുണ്ട് എഴുതാൻ പറ്റും ഇല്ലെന്ന് പറഞ്ഞില്ല എല്ലാവരും മ്യൂട്ട് ചെയ്തിട്ട് സമയത്തുണ്ടായിരുന്നു ചെയ്യാമോ ഞാൻ ആ ഓക്കെ ഞാൻ പെട്ടെന്ന് പറയാം അതായത് വൈഫ് എന്താ ചെയ്യുന്നു മറ്റുള്ളവരുടെ മുന്നിലൊക്കെ ഇയാൾക്ക് മറ്റൊരു സ്ത്രീയായിട്ട് ബന്ധമുണ്ടെന്ന് പറയാണ് ഓക്കെ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് ടാർണിഷ് ചെയ്യാണ് വൈഫിന് സസ്പീഷ്യസ് ആണ് സംശയമുണ്ട് നല്ലോണം ഭർത്താവിന് അതുകൊണ്ട് മറ്റുള്ളവരുടെ മുന്നിൽ വെച്ചിട്ട് ഇങ്ങനെ പറയുന്നു അത് കാരണം അയാൾക്ക് വൈഫിനോട് ദേഷ്യമുണ്ട് ഇതാണ് സംഭവം അപ്പൊ നമ്മള് പേഴ്സണലൈസിംഗിൽ പറഞ്ഞു ചിലപ്പോ അയാൾക്ക് അയാളുടെ ചില ബിഹേവിയറിൽ ചിലപ്പോൾ അയാൾക്ക് ഇൻസൈറ്റ് കിട്ടാഞ്ഞിട്ടായിരിക്കാം എന്നുള്ള രീതിയിൽ നമ്മളത് പറഞ്ഞു നേരത്തെ ഇനി ചിലപ്പോ ഇത് വൈഫിന്റെ ഒരു തോന്നലുകൾ മാത്രമായിരിക്കാം അങ്ങനെയാണെങ്കിലോ സോ വൈഫിന് കൂടി ഒരു കൗൺസിലിംഗിന് വേണ്ടി ഫസ്റ്റ് വൈഫിനെയാണ് കൗൺസിലർ കൗൺസിലിംഗിന് വിധേയമാക്കേണ്ടത് okay any other thing you fix a a to convince convince the wife by the the okay okay other other thing വൈ വൈഫിനെ കൗൺസിലിംഗ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഹസ്ബൻഡ് കുറെ കൂടി സൈക്കോളജിക്കലായിട്ട് ഡീൽ ചെയ്യല്ലേ നല്ലത് വൈഫ് ഒരിക്കലും വരില്ല വൈഫ് ആയ കേസിൽ ഒരിക്കലും വരില്ല കൗൺസിലിങ്ങിന് അപ്പൊ കൗൺസിലിംഗ് ആവശ്യം മനസ്സിലാവുകയാണെങ്കിൽ I think he will be more flexible rather than taking his wife to psychologist that is my opinion okay okay that's a thing actually we need to do first okay Varghese sir I think your opinion is correct നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് വൈഫിനെ കൗൺസിലിങ്ങിന് വിളിക്കുകയോ അവരെ കൺവിൻസ് ചെയ്യുന്നതിന് പുറമെ how he can cope up how he can flexibly attend that that problem എന്നുള്ളത് അവരെ കോപ്പപ്പ് ചെയ്യാനും അവരെ ഏബിൾ ആക്കാനും പഠിപ്പിച്ചു കഴിഞ്ഞാലാണ് അതാണ് ഇനീഷ്യൽ ആയിട്ടുള്ള നമ്മുടെ target okay so will move forward can you able to see the slides? no, approaches? No. No? No, sir. no, sir. No, sir. No, sir. Uh, sir, uh, one very important point I would like to point out. Mm -mm. Tell me, sir. If you permit. Now, we are yeah. talking about family, husband, wife, okay, and... Can I, can I speak? Yeah, yeah, yeah please. Yeah, family, husband okay. and wife, yes. Oh, uh, we are talking about family, husband, wife and children. Okay. Uh. the psychologist, if he's a bachelor, father or sister or a sannyasi, how hmm. can we perfectly know the problems of family affairs? <laughs> and in that case, how can we give proper guidance, proper counseling to the husband, wife or children? Please comment. Uh, can you repeat one more? Sir, and we are talking about family. Yeah, yeah family means husband, wife, their relatives. Yes. And children, they are blessed with the children. Yes. So family, uh, husband, wife and children is there. Yes. The, the only, uh, if, if, a person is unmarried, is not having any, uh, is not blessed with any children, and he is not, not totally unmarried, unmarried he's not, not, uh, not, he has not uh, dealt with any family problems because oh. he has no family at all. In that case, how such a person can give proper guidance uh, to such a husband, wife, and children? Whether it will be successful in that case. Okay, okay, okay. I got your question. ക- കളിക്കളത്തില് റഫറി കളിക്കളത്തില് റഫറി ഉണ്ടായിരിക്കുമല്ലോ I am Varghese here. Referee ഇല്ലെങ്കിൽ കളിക്കാൻ പറ്റില്ലല്ലോ Uh, sir, uh, during the counseling and all, yes, uh, what you have said is correct. Actually, Do, the, he don't have the personal experience of the problem, but he correct, may correct. have he may have experience of dealing with this different case of the cases okay uh, different cases of couples issues and all and maybe theoretical knowledge up to a certain extent it will work uh, no, and, that, and, I think not only sir, he has to purposely uh, go through all these things and read and get more knowledge about it. Otherwise, how can we a counselor yeah. for all these things? Yeah, that, a counselor must know all these things. Yeah he may get from the different experiences by doing counseling such cases and by theoretical knowledge and all. I only from the point of uh, theoretical Whether, <laughs> uh, <laughs> Hello, sir. Hello, sir. I am a, I am a nun. Uh, what my opinion is that uh, all are coming from family only. If uh, if the counselor is sister or father or sannyasi, anyone else all are coming from family only. They all know about the families and uh, also through the experience. Uh, but his question is Okay. actually he's uh, he's not, not, not married. That's debatable. It is not end. ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ടാവും കിട്ടുമ്പോ ഒരുപാട് പ്രാവശ്യം കൗൺസിലിംഗ് ഇരിക്കുമ്പോ അതിനെ കുറിച്ച് അറിവുകൾ കിട്ടുമല്ലോ അതന്നെയാണ് okay, experience o- okay, I partly agreed with what sister said. Sir, this is client-centered uh, approach, കളിക്കളത്തിൽ റഫറി ഉണ്ടായിരിക്കുന്നത് റഫറിക്ക് കളി അറിയാവുന്നതല്ലേ റഫറി ഉണ്ടായിരിക്കുക and uh, if you ask the majority of participants whether I am right or sister is right, you'll get the proper answer. sister is right. Sister is right. Sister is okay. right because it is client-centered approach. Client, yes. the counselor need to know. Yes, yes sir. Client only solves his own or her own problems, not the counselor. See, so okay, yes, yes. Okay, yes. This issue is actions. Okay, next time. Mm. Every, everything need not be experienced. No, all yeah. counselors supposed to be trained under supervised practitioners They should have the experience for that. So it is not the assumption that they should be a, uh, they should be married and they should be unmarried, etc. It is not that. അല്ല കൗൺസ് അല്ല സാറ് കൗൺസിലിംഗ് പറഞ്ഞ എന്തായാലും ചോദ്യം ഒരാ- ക്വസ്റ്റ്യനില് എല്ലാ പ്രോബ്ലംസും അങ്ങനെയാണെങ്കിൽ നമ്മൾ എക്സ്പീരിയൻസ്ഡ് ആവണ്ടേ അപ്പോ ആ, നമ്മൾ എന്നാലേ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ അതല്ലേ പറഞ്ഞത് ഒരു ഒരു ഡോക്ടറെ Can we kindly uh, uh, defer the uh, discussion, please? Can we go into the subject, Yeah, yeah. if you don't mind? So we will move forward. Uh, the humanistic perspective, okay. So this already we already discussed about this uh, uh in the morning. That is uh, uh, three points. Carl Rogers. What are the three factors which is mainly influencing the human humanistic person-centered counseling? Skills required for a counselor, we already discussed this empathy, genuineness, unconditional positive regard. These three things we already discussed. And the reflection. Uh, so before that, we will uh, explore more empathy in the perspective of person-centered counseling. Okay, person-centered co- humanist. Before that, humanistic അപ്രോച്ചിന്റെ ഒരു കോർ ഫാക്ടർ എന്ന് പറയുന്നത് humanist every individual every human being has a potential to solve their issue okay only thing uh, we need to realize our potential and we need to empower the counseling that is the perspective of humanistic അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിനനുസരിച്ചുള്ള എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യാണ് ചെയ്യുന്നത് കൗൺസിലിങ്ങിൽ അതായത് അത് empathy we we give empathy genuineness unconditional positive regard and reflection empathy എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൗൺസിലിങ്ങിൻ്റെ ഇടയിൽ ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു we we just intellectually we identify their feeling attitude uh, with client okay then they feel that yes this person is with me i can explore and genuineness genuinely we need to uh, ready for the uh, ready for to help the client so there there should not be any incongruence sometimes എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ക്ലൈൻറ്റിൻ്റെ എതിരെയുള്ള ക്ലൈൻറ്റിൻ്റെ ചിലപ്പോൾ ആ പ്രോബ്ലംസിന് നമ്മൾ നമുക്ക് നമുക്കൊരു എക്സ്പീരിയൻസ് വെച്ചിട്ടുള്ള ഒരു പെർസ്പെക്റ്റീവ് ഉണ്ടാവും നമ്മുടെ ആറ്റിറ്റ്യൂഡ് ബിലീഫ് സിസ്റ്റം ഉണ്ടാവും അപ്പോൾ അത് വെച്ച് നമുക്ക് നമ്മൾ മനസ്സിൽ വെച്ച് കഴിഞ്ഞാൽ we cannot able to help the client properly okay ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് നമ്മുടെ പേഴ്സണൽ ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ നമ്മൾ it is better to stop the counselling there and we can postpone So we should be genuinely ready to help every time. Unconditional positive regard, uh, please accept the person, accept the client as it is. Okay. Regardless of your uh, culture and belief and all. Reflection. റിഫ്ലക്ഷനിൽ ക്ലൈന്റ് എന്താണോ പറഞ്ഞത് നമ്മൾ um മീനിങ്ങും കണ്ടന്റും ഫീലിങ്ങും കൂടി മനസ്സിലാക്കുന്നു അത് കറക്റ്റ് ആയിട്ട് നമ്മൾ റിഫ്ലക്ട് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ yes client should feel that yes this person is with me So these are the all environment we are creating in humanistic perspective, especially person-centered therapy, Carl Rogers concept. So ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന സമയത്ത് what happens? The after sometimes the person realize that uh, he has a clarity about this problem and he realizes what goal he should take and he should move forward. Initially വരുന്ന ക്ലയന്റിന് എന്താ ഒരു ക്ലൗഡഡ് ആയിരിക്കും അവരുടെ പ്രോബ്ലംസിൽ ക്ലൗഡഡ് ആയിരിക്കും സോ uh, he cannot able to find solutions. By giving this kind uh, environment, we can empower the client. That is the nutshell of person centered. ഇവിടെ കുറച്ച് കാര്യങ്ങളുണ്ട് എമ്പതി നമുക്ക് എങ്ങനെ നോൺ വെർബലായിട്ട് എങ്ങനെയൊക്കെ എക്സ്പ്രസ് ചെയ്യാം can anybody comment on that how we can express uh, non-verbally ഇത് എപ്പോഴും എക്സാമ്പിൾ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് കണ്ടിട്ടുണ്ട് സോളാർ എക്സ്പ്ലെയിൻ സോളാർ എന്നൊക്കെ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ കാണാറുണ്ട് ഈ ടെക്സ്റ്റ് ബുക്കിൽ എത്രാമത്തെ പേജിലേക്ക് വരുന്നത് ഒന്നാമത്തെ text book second block second block yes പറയുന്നു നമുക്ക് മുന്നോട്ട് ആർക്കെങ്കിലും അറിയോ ഇതിനെ ഹൗസ് എമ്പതി ഹൗസ് പറയോ how we can express emotion, uh, empathy in non non verbally നമ്മുടെ നമ്മുടെ കാണുമ്പോൾ തന്നെ നമ്മുടെ എമ്പത്തി ആണ് എക്സ്പ്രസ് എമ്പത്തി ഉണ്ട് എന്നുള്ളത് ക്ലൈന്റിന് എങ്ങനെ ഫീൽ ചെയ്യും we can express through the our this one words and all verbally but how non verbally കൈ ഒന്ന് ഹോൾഡ് ചെയ്യാം ഒന്ന് പാറ്റ് ചെയ്യാം ഓക്കെ പിന്നെ ഇവിടെ അവിടെ പൊസിഷൻസ് ഇമ്പോർട്ടന്റ് ആണ് okay eye to eye to eye contact good നമ്മൾ എങ്ങനെയാണ് മുന്നോട്ട് ആയിരിക്കുന്നത് പുറകോട്ടാണ് ആയിരിക്കുന്നത് വെദർ വില്ലിംഗ്നെസ് ടു ലിസൺ അത് അത് position I think is important അല്ലേ അറിയില്ല പൊസിഷൻ ഈസ് വെരി ഇമ്പോർട്ടന്റ് അതാണ് പറഞ്ഞു വരുന്നത് അതായത് നമ്മളിപ്പോ ക്ലയന്റ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ വളരെ ഈസി ഗോയിങ് ആയിട്ടാണ് ഇരിക്കുന്നുണ്ടെങ്കിൽ വളരെ അവർക്ക് ഫീൽ ചെയ്യും this person is listening but അവിടെ ഒരു എമ്പതി ഇല്ല എന്റെ പ്രോബ്ലം ഇത്രയും സീരിയസ് ആയ ഒരു പ്രോബ്ലം ഞാൻ പറയുന്ന സമയത്ത് ഇയാൾ എന്താണ് ചാരുകസേരയിൽ ചാരി ഇരുന്നിട്ട് ഇങ്ങനെ റിലാക്സ് ചെയ്ത് അത് കേട്ടുകൊണ്ടിരിക്കുകയാണെന്നുള്ള ഒരു ഫീലിംഗ് ആണ് okay so the position is very important leaning forward എന്നുള്ളത് പൊസിഷൻ ഇമ്പോർട്ടൻ്റ് ആണ് യെസ് എന്ന് പറഞ്ഞു അത് the uh, actually the eye the is also important face to face eye face and we have to lean forward okay that is a position and it should be open posture നമ്മൾ എന്താണ് ക്രോസ് ചെയ്തിട്ടോ ലെഗ്സ് ക്രോസ് ചെയ്തിട്ടോ it should be open posture we are ready to listen എന്നുള്ള ഒരു ഫീലിംഗ് അവർക്ക് നമ്മുടെ പൊസിഷൻസിൽ കിട്ടണം പിന്നെ eye contact conversations SOLER is remember this SOLER means actually സ്ക്വയറിൽ lean forward and open posture ആയിരിക്കണം O lean forward eye contact and we should be relaxed relaxed പൊസിഷനിലും ആയിരിക്കണം ഓക്കെ ഇത്രയും കാര്യങ്ങൾ uh, yes. yeah what is yes solar yes is actually uh, squirrel position i mean നമ്മളെ ഇതല്ലേ അണ്ണാൻ എന്ന് പറയില്ലേ അണ്ണാൻ അണ്ണാൻ അണ്ണാൻ എന്ന് പറഞ്ഞ അണ്ണാന്റെ പൊസിഷൻ ശ്രദ്ധിച്ചിട്ടുണ്ട് നിങ്ങൾ അത് ചിലപ്പോൾ കുറച്ചൊരു സ്ക്വയറിൻ്റെ പൊസിഷൻ ആയിരിക്കും അതായത് മുന്നോട്ട് കുറച്ച് ബെൻഡ് ചെയ്തിരിക്കും അത് ഇങ്ങനെ നിൽക്കും okay so we are actually ready to listen എന്നുള്ളത് ആ ഒരു പൊസിഷൻ ആണത് ജസ്റ്റ് നിങ്ങൾ ടൈപ്പ് ചെയ്ത് നോക്കിയാൽ ആ പൊസിഷൻ കിട്ടും ഓക്കെ ഹലോ ആം ഞാനൊരു എക്സാമ്പിൾ പറയാം ഒരു റിഫ്ലക്ഷൻ എങ്ങനെ നമുക്ക് എക്സ്പ്രസ് ചെയ്യാന്നുള്ളത് ഓക്കെ ഒരു കേസ് ഒരു ഓൾഡ് ഏജ് ആയിട്ടുള്ള ഒരു റിട്ടയർ ചെയ്ത ഒരാളായിരുന്നു അയാൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഒരു റിട്ടയർ ചെയ്ത് കഴിഞ്ഞു ഹസ്ബൻഡും വൈഫും തമ്മിൽ കുറേ കാലമായിട്ട് നല്ല റിലേഷൻഷിപ്പാണ് അവർക്ക് മക്കളൊന്നുമില്ല അപ്പോൾ റിട്ടയർ ചെയ്ത് കഴിഞ്ഞ ജീവിതം നല്ല സുഖമായി പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു പെട്ടെന്ന് വൈഫിനൊരു അസുഖം വന്ന് വൈഫ് മരിച്ചുപോയി ഹോസ്പിറ്റലിൽ പോകുന്ന വഴിക്ക് തന്നെ വൈഫ് മരിച്ചുപോയി അപ്പൊ അതിന്റെ ഡിപ്രഷനിലാണ് ആള് കൗൺസിലിങ്ങിന് വരുന്നത് അപ്പൊ ആള് പറയാണ് എനിക്ക് ഇനിയൊന്നും ചെയ്യാൻ പറ്റില്ല എൻ്റെ ലൈഫ് കംപ്ലീറ്റ് ഇപ്പൊ ഒരു എംറ്റിനെസ് ആണ് ഫീൽ ചെയ്യുന്നത് എനിക്ക് എൻ്റെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ അവളുടെ എല്ലായിടത്തും അവളുടെ അവളുള്ള മാതിരി എനിക്ക് ഫീൽ ചെയ്യുന്നു അവളുടെ ടച്ച് ഫീൽ ചെയ്യുന്നു സോ എനിക്കിനി മരിച്ചാൽ മതി ഇങ്ങനെയാണ് കൗൺസിലിംഗ് എന്ന് പറയുന്നത് നമ്മളോട് okay So how you reflect, how you reflect. ഞാൻ ഇത് മദർ ടങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഒരു ഇന്റൻസിറ്റി മനസ്സിലാവുള്ളൂ അപ്പൊ ഹൗ യു റിഫ്ലക്ട് റിഫ്ലക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും നമ്മൾ അവരുടെ കണ്ടന്റ് മനസ്സിലാക്കി വെർബലി പറയലല്ല അവിടെ കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ട് നമ്മുടെ വോയിസ് ടോണിലും നമ്മുടെ എക്സ്പ്രഷൻസിലും ഒക്കെ അത് റിഫ്ലക്ട് ചെയ്യണം അതുകൊണ്ടാണ് ഞാൻ അത് എക്സാമ്പിൾ പറഞ്ഞിട്ട് പറയാന്ന് വെച്ചത് നമുക്ക് നമ്മുടെ കയ്യിൽ നല്ലൊരു പോസിറ്റീവ് കോട്ട്സ് വല്ലതും ഉണ്ടെങ്കിൽ നമുക്ക് ആദ്യം അതിൽ കൂടെ തുടങ്ങാം എന്നിട്ട് കേൾക്കുന്നുണ്ടോ സാർ യെസ് കേൾക്കുന്നുണ്ട് positive quote no ma'am first we have to give importance to the clients this one statement okay later you can in between you can add but we should give importance to what client said ക്ലൈൻറ്റിൻ്റെ ആ വേർഡ്സും ഫീലിങ്സും തന്നെ റിഫ്ലക്ട് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ അത്രയും നല്ലത് അപ്പോൾ ഇവിടെ നമുക്ക് റിഫ്ലക്ട് ചെയ്യാം അപ്പോൾ എൻ്റെ വീഡിയോ ഓൺ ആണല്ലോ അല്ലേ ഇവിടെ നമുക്ക് അദ്ദേഹത്തോട് പറയുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാം ഞാൻ ആ പൊസിഷൻ ഇത് മനസ്സിലാക്കേണ്ടിട്ട് പറഞ്ഞാണ് അപ്പോൾ നമുക്ക് നമ്മുടെ പൊസിഷൻ എങ്ങനെയാണ് lean forward we are watching him Can you stop sharing sharing presently? We can clearly പോയല്ലോ ഞാൻ പറഞ്ഞ ഒരു എക്സാമ്പിളില് അദ്ദേഹം നല്ല റിലേഷൻഷിപ്പിലായിരുന്നു വൈഫിനോട്ട് വൈഫുമായിട്ട് കുറെ കാലമായിട്ട് നല്ല ഇതിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ആൾക്ക് വേറെ മക്കളൊന്നുമില്ല അപ്പോൾ ഒരു സമയത്ത് എന്തായിരുന്നു പെട്ടെന്ന് വൈഫിന് ഒരു അസുഖം വരികയും ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വഴി മരിക്കുകയും ചെയ്തു അപ്പോൾ അതാണ് സിറ്റുവേഷൻ അപ്പോൾ നമ്മളത് കേട്ട് കഴിഞ്ഞിട്ട് നമ്മൾ റിഫ്ലക്ട് ചെയ്യുന്ന സമയത്ത് വി ഷുഡ് നമ്മുടെ ഫേഷ്യലിൽ എന്ത് ചെയ്യണം ഫേഷ്യലിലും വോയിസ് ടോണിലും ആ ഒരു ഫീലിംഗ് റിഫ്ലക്ട് ചെയ്യാൻ പറ്റണം അല്ലാതെ വെറും വേർഡ്സിൽ മാത്രമല്ല ഇപ്പൊ നമ്മൾ പറയാണ് അപ്പോൾ നിങ്ങൾ ഇത്രകാലം നല്ല രീതിയിൽ ഒരുമിച്ച് ജീവിച്ചു ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ വളരെ സ്നേഹിച്ച് ജീവിച്ച നിങ്ങൾ പെട്ടെന്ന് വൈഫ് വൈഫിന്റെ മരണം നിങ്ങളെ വല്ലാതെ തളർത്തി കളഞ്ഞല്ലേ മറ്റുള്ള ഒരു നമ്മൾ എന്ത് ചെയ്യുന്നു റിഫ്ലക്ട് ചെയ്യുന്നു ഓക്കെ അപ്പൊ അതില് നമ്മുടെ ഫേഷ്യലിൽ അതുണ്ട് നമ്മുടെ ബോഡി ലാംഗ്വേജിൽ അതുണ്ട് നമ്മുടെ ടോണിൽ അതുണ്ട് that is reflection okay have sir Yes. അതാണ് റിഫ്ലക്ഷൻ എന്ന് പറയുന്നത് ചില സമയത്ത് silence person centredly very important നമ്മൾ കൗൺസിലിംഗ് ചെയ്ത് പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് കൗൺസിലിംഗ് കൗൺസിലിങ്ങിൻ്റെ പ്രോബ്ലംസ് ഒക്കെ പറഞ്ഞു അത് കഴിഞ്ഞ് ഒരു സൈലൻസ് ആണ് നമ്മൾ ഒന്നും സംസാരിക്കുന്നില്ല കൗൺസിലി ഒന്നും സംസാരിക്കുന്നില്ല but silence help the counselling silence നമ്മുടെ കൗൺസിലിങ്ങിനെ ഹെൽപ്പ് ചെയ്യുമോ മേബി ബേസ്റ്റ് ഔട്ട് ചെയ്യാനൊന്ന് ഫീലിംഗ് എക്സ്പ്രസ് ചെയ്യാനോ ഒരു ചാൻസ് അവിടെ കിട്ടാൻ പോസിബിൾ ആണ് ചിലപ്പം ഒരു ദുഃഖം കുറയാനുള്ള ഒരു ചാൻസ് ഉണ്ട് അപ്പം അയാള് നമ്മൾ കുറച്ചും കൂടി ഓപ്പൺ അപ്പ് ആവാം നമ്മളോട് കുറെ കാര്യങ്ങളും കൂടി തുറന്നു പറയാം അപ്പം മേ ബി ഈ ഫീൽ ബെറ്റർ ഓഫ് അത് കഴിയുമ്പോൾ നമുക്ക് പിന്നെ സ്ലോലി സ്ലോലി അയാളോട് കൂടുതൽ സംസാരിച്ച് വൈഫിന്റെ പോസിറ്റീവ് കാര്യമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞുകൊണ്ട് ആ ഒരു നല്ല ഓർമ്മയിൽ കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു പോസിറ്റീവ് മോട്ടിവേഷൻ വേണമെങ്കിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യാം I hope I don't very correct but I counsellor നമ്മൾ സൈലന്റ് ആയി നിൽക്കുന്നതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ ചില സമയത്ത് ഒരു ഗോൾഡൻ ചാൻസ് ആണ് ഞാൻ മനസ്സിലാക്കുന്നത് എങ്ങനെ കാരണം ആ നമ്മളും ആളുടെ ചിന്തയോടുകൂടി നമ്മളും ചേരുകയാണ് ആളുടെ അവസ്ഥയോടുകൂടി നമ്മളും കുറച്ചു നേരം ഇരുന്ന് സൈലന്റ് ആയി ചിലപ്പോൾ നമുക്കൊരു ആയിട്ട് നമുക്ക് വേണ്ടി ഒരു കണ്ണുനീര് നമ്മളും പൊടിക്കുന്നു കൂടെ ചേർന്നു ആ അവസ്ഥയിലൂടെ നമ്മൾ കടന്നു പോകുന്നു ഒരു ചിന്തയിലേക്ക് നമ്മളും മനസ്സിലാക്കി ആളെ നമ്മളെങ്കിലും മനസ്സിലാക്കുന്ന ഒരു ചിന്ത ആൾക്ക് കൊടുക്കുകയാണല്ലോ യെസ് യെസ് അത് തന്നെയാണ് അതിന്റെ അതായത് നമ്മൾ ആ പ്രോബ്ലത്തിന്റെ ഇന്റൻസിറ്റി നമ്മൾ മനസ്സിലാക്കി എന്നുള്ളത് ചിലപ്പോൾ സൈലൻസ് ഹെൽപ്പ് ചെയ്യും അയാളുടെ പ്രോബ്ലം പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മൾ സൈലന്റ് ആയിട്ട് കുറച്ചു നേരം നിൽക്കുന്നു ചിലപ്പോൾ ഐ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നു അതിനുശേഷം നമ്മൾ ഒരു നെടുവീർപ്പോടെ എന്നുള്ള രീതിയിൽ സൈലന്റ് ആയി നിൽക്കുന്ന സമയത്ത് അവിടെ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട് ആക്ച്വലി നമ്മൾ പറയാതെ തന്നെ നമ്മൾ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട് അതായത് I can understand your problem it is serious it will take time to heal അങ്ങനെയൊക്കെയുള്ള കമ്മ്യൂണിക്കേഷൻ നടക്കുകയാണ് നമ്മൾ ആ സൈലൻസിൽ ഓക്കെ സൈലൻസ് വിൽ ഹെൽപ്പ് ഒരു സംശയം ചോദിച്ചിട്ട് സർ ഇവര് കരയുകയാണെങ്കിൽ എന്ത് ചെയ്യും പലപ്പോഴും ഞാനൊരു ഡോക്ടറാണ് നമ്മൾ പേഷ്യന്റിനെ സംസാരിക്കുമ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നം സംസാരിക്കുമ്പോഴേക്കും അവര് ഭയങ്കരമായിട്ട് കരയും അപ്പൊ ആ കരയണ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കരയുന്ന സമയത്ത് നമ്മൾ ആ ഇമോഷൻസിൽ ഫ്യൂസ്ഡ് ആയി പോവാതെ ലെറ്റ് ദം ക്രൈ ഓക്കെ നമ്മൾ ഒരിക്കലും കരയരുത് ബോൾഡ് ആയിരിക്കണം ഇങ്ങനെയൊക്കെയുള്ള സെന്റൻസ് ആണ് സാധാരണക്കാർ പറയാം യു ഷുഡ് ബി ബോൾഡ് ഇങ്ങനെയൊക്കെ ആയാൽ ശരിയാവില്ല പക്ഷെ crying is a good ventilation for emotion okay ചിലപ്പോൾ ഒരു കരഞ്ഞു കഴിഞ്ഞാൽ തന്നെ അവർക്ക് നല്ല ആശ്വാസം കിട്ടും അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് we should not fused in to that emotion നമ്മൾ ഒന്നിച്ച് കരയുകയോ അതിൽ ഫ്യൂസ്ഡ് ആവുകയോ ചെയ്യാതെ നേരത്തെ ആരോ പറഞ്ഞു ജസ്റ്റ് ഒരു പാറ്റ് ജസ്റ്റ് ഒരു pat that's enough and let them cry അവർ വെന്റിലേറ്റ് ചെയ്യട്ടെ വി ഹാവ് ടു വെയിറ്റ് കുറച്ച് സമയം കഴിഞ്ഞാൽ അവർ കരച്ചിലൊന്ന് നിർത്തി കഴിയുമ്പോൾ വീണ്ടും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം okay we should allow them to cry clear ma'am actually പണ്ട് നമുക്ക് വളരെ എളുപ്പായിരുന്നു ഒന്ന് പുറത്ത് തലോട കൈ പിടിക്കുക ഇപ്പൊ കൊറോണ വന്ന പിന്നെ it's a big real problem അത് കൊറോണ മാത്രമല്ല മാം ചിലപ്പോഴൊക്കെ നമ്മളെ ഒരു കൾച്ചറിൽ ഓപ്പോസിറ്റ് സെക്സ് ടച്ചിങ് ഇതൊക്കെ വളരെ ഒരു സെൻസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ് അതൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ ചിലപ്പോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ ടച്ചിങ് ടച്ചിങ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ക്ലൈന്റ് ഒരു ഡിസ്റ്റൻസ് ഫീ നമ്മൾ ഇരിക്കുന്ന സമയത്ത് എപ്പോഴും ക്ലൈന്റിന്റെ ഒരു ഡിസ്റ്റൻസും ക്ലൈന്റിന്റെ ഒരു ഒപ്റ്റിമൽ ഡിസ്റ്റൻസ് ഉണ്ട് അതാണ് ഇമ്പോർട്ടന്റ് നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ ക്ലയന്റ് ചിലപ്പോൾ ഒരു സ്റ്റെപ്പ് ബാക്കിലോട്ട് പോയി കഴിഞ്ഞാൽ yes we should maintain that distance ക്ലയന്റിന്റെ ഒരു നോക്കിയിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ ഇവൻ ടച്ച് ആയി കഴിഞ്ഞാലും നമ്മൾ അടുത്ത് അത് നമുക്ക് ആ ഒരു എൻവയോൺമെന്റിൽ വർക്ക് ചെയ്യുമ്പോൾ മനസ്സിലാവും ഇരിക്കുന്ന സമയത്ത് മനസ്സിലാവും ക്ലൈന്റ് ഇപ്പൊ നമ്മുടെ അടുത്ത് വരുന്ന ക്ലൈന്റ് വളരെ ചെറു മറ്റുള്ളവരെ മറ്റുള്ളവരെ നിർബന്ധം പോലെയാണ് വരുന്നെങ്കിൽ നമുക്ക് എങ്ങനെയാ സാർ ഈ ക്വസ്റ്റ്യൻ നേരത്തെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതായത് <clears throat> മറ്റുള്ളവരുടെ നിർബന്ധം കൊണ്ടാണ് വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇനീഷ്യലി റെസിസ്റ്റൻസ് ഉണ്ടാവും പക്ഷെ ആ റെസിസ്റ്റൻസ് നമ്മള് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് റാപ്പോർട്ടും ട്രസ്റ്റും ബിൽഡ് ചെയ്യാന്നുള്ളത് തന്നെയാണ് ഉടനെ പ്രോബ്ലത്തിലേക്ക് പോവാതെ റാപ്പോർട്ടും നമ്മൾ ട്രസ്റ്റും ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അതർ ടോക്സിലൂടെ നമ്മൾ എന്ത് ചെയ്യാം പതുക്കെ അവരുമായിട്ട് റാപ്പോ ഉണ്ടാക്കുക ബിൽഡ് ചെയ്യാന്നുള്ളത് നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് മറ്റുള്ള ഇപ്പൊ ചിലപ്പോ ഇനീഷ്യലി അവരുടെ ഒന്നിച്ചു വന്ന ആൾക്കാര് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും അപ്പൊ നമ്മൾ എപ്പോഴും അവരുടെ പ്രസൻസിൽ അല്ലല്ലോ നമ്മൾ കൗൺസിൽ ചെയ്യാം അപ്പൊ അവരെ പുറത്തെത്തി കഴിഞ്ഞിട്ട് ഇവരെ ഒന്നിച്ചാവുന്ന സമയത്ത് നമ്മൾ പറയും ഓക്കെ അച്ഛനും അമ്മയും അല്ലെങ്കിൽ അവർ പറഞ്ഞത് അവിടെ നിൽക്കട്ടെ എനിക്ക് കേൾക്കാനുള്ളത് നിങ്ങളിൽ നിന്നാണ് ഓക്കെ നിങ്ങളുടെ വാക്കുകളാണ് ഇമ്പോർട്ടൻസ് എന്നുള്ള ഒരു ഫീലിംഗ് അല്ലെങ്കിൽ വെർബലി ആയിട്ട് നമുക്കത് പറയാം ഓക്കെ അത് ക്ലയന്റിന് എപ്പോ വരുന്നോ അപ്പോ ക്ലയന്റ് നിങ്ങളുടെ കൂടെ വന്നു തുടങ്ങും ആ ഒരു ട്രസ്റ്റ് വന്നു കഴിഞ്ഞാൽ സർ അതുപോലെ തന്നെ ഈ ചില പേഷ്യൻസ് ഒക്കെ വരുന്ന സമയത്ത് അവരൊരു സെൽഫ് ഹെൽപ്പിന്റെ ഒരു ഇതില്ല സ്റ്റേജിലായിരിക്കില്ല അവര് ഭയങ്കര ഇപ്പൊ നമ്മൾ എത്ര എംപവർ ചെയ്യാൻ ശ്രമിച്ചാലും അവരൊരു സ്വയം ഒരു ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റേജിലായിരിക്കില്ല അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് എന്താ നമുക്ക് ചെയ്യാൻ പറ്റുക അവരെ ഒന്ന് ഒരു ഇത് ആക്സെപ്റ്റ് ചെയ്ത് ഒന്ന് ഇപ്പം ചില ഡിപ്രസീവ് കേസസിൽ കണ്ടിട്ടുണ്ട് അവരത് നമ്മൾ എത്ര പറഞ്ഞു കൊടുത്താലും അവരൊരു ഇനീഷ്യേറ്റീവ് എടുക്കുന്നില്ല എന്ന് വെച്ചാൽ അത് സ്റ്റബേൺനെസ് അല്ല പക്ഷെ അതിലേക്ക് അവർക്ക് എത്താൻ പറ്റുന്നില്ല അവരുടെ അതിന് ഇനീഷ്യലായിട്ട് നമ്മൾ ചെയ്യേണ്ടത് അവരുടെ ഫീലിങ്സ് എക്സ്പ്ലോർ ചെയ്യാനുള്ള മെത്തേഡ്സ് ചെയ്യാന്നുള്ളത് തന്നെയാണ് okay we should be a good listener to explore their feeling after that also we can give some exercise to explore their feeling അവരോട് എന്താ റൈറ്റ് ഡൗൺ ചെയ്യാൻ പറയാം റെക്കോർഡ് സാറേ വല്ലാത്ത നോയ്സ് ആണ് എല്ലാവരും ഓക്കെ ഓക്കെ സോ ക്വസ്റ്റ്യൻ ചോദിച്ചത് സെൽഫ് ഹെൽപ്പ് അല്ലെ എംപവർ ചെയ്യാനുള്ള ഒരു സിറ്റുവേഷനിൽ അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നുള്ളതാണ് yes sometimes it will take time long time So uh, during that time, we need to uh, explore their problem and emotions ventilate their emotions അതിനുള്ള ടാസ്കുകൾ മാത്രം കൊടുത്താൽ മതി അതായത് ഒരിക്കലും അവരെന്ത് ചെയ്യാൻ പാടില്ല വിഡ്രോ ചെയ്യാനോ അല്ലെങ്കിൽ എക്സ്പ്രഷൻസ് സപ്രസ് ചെയ്യാനോ ഇമോഷൻസ് സപ്രസ് ചെയ്യാൻ അനുവദിക്കാതെ അത് വെന്റിലേറ്റ് ചെയ്യാനുള്ള ആക്ടിവിറ്റീസും നമ്മളൊരു ലിസണറായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക ഇപ്പോൾ എ സർട്ടൺ സ്റ്റേജ് ഇ can able to start empowering okay okay sir thank you SOLER എന്ന് പറഞ്ഞത് അതായത് face the client squarely squarely second squarely എന്ന് വെച്ച് കഴിഞ്ഞാൽ മുന്നോട്ട് മുന്നോട്ട് നമ്മൾ ആഞ്ഞിരിക്കില്ല ഇങ്ങനെ okay we are ready to listen എന്നുള്ള രീതിയിൽ ഓക്കെ പിന്നെ ഓപ്പൺ പോസ്റ്റർ ആയിരിക്കണം അതായത് നമ്മൾ ക്രോസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ലെഫ്റ്റ് ക്രോസ് ചെയ്തിട്ടോ അല്ല ഓപ്പൺ പോസ്റ്ററിലാണ് നമ്മൾ ഇരിക്കുന്നത് ഇങ്ങനെ പിന്നെ മറ്റേത് ലീൻ ടു ദ കോൺവെർസേഷൻ അത് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു ലീൻ ചെയ്ത് കോൺവെർസേഷൻ ഐ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നു പിന്നെ റിലാക്സ്ഡ് ആയിരിക്കും എന്താണ് സർ എ എ ഇല്ലല്ലോ ഇ e അല്ല സോൾ ആർ അല്ല ഇത്രേ E S O L R E ആണ് ഇ e. e എന്ന് വെച്ച് lean to the conversation lean in to the conversation eye eye E eye contact okay R relaxed okay okay we are discussing about self ആ സൈലൻസ് യെസ് സൈലൻസ് ഓക്കെ ഒരു എക്സാമ്പിൾ വെച്ച് നേരത്തെ എക്സാമ്പിൾ തന്നെ നമുക്ക് എടുക്കാം സൈലൻസ് ഒരു ഒരു പ്രോബ്ലം ഡിസ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു പോസ് ഇടുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്നു ആ ഇൻറ്റൻസിറ്റി ആ പ്രോബ്ലം അത്രത്തോളം അയാളുടെ ഇപ്പോൾ ഒരു ഞാനിവിടെ പറയാൻ ഉദ്ദേശിച്ചത് ഒരു മദറിൻ്റെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു അവർ അവരുടെ കുട്ടി ആക്സിഡൻറ്റിൽ മരിച്ചുപോയി പക്ഷെ അവർക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ ഇപ്പോഴും കുട്ടി ജീവിച്ചിരിക്കേണ്ടത് തന്നെയാണ് വിചാരിക്കുന്നത് മീൻസ് ഇൻസൈറ്റ് ഒക്കെ ഉണ്ട് എങ്കിലും അവർക്കത് വിശ്വസിക്കാൻ തയ്യാറല്ല അവരത് ഇറ്റ്സ് എ സ്റ്റേജ് ഒരു ഇനീഷ്യൽ സ്റ്റേജ് ആണത് അപ്പോ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ഇട്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാം അവർ പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം അപ്പോൾ ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലേ എന്ന് നമുക്കൊരു പോസ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ആ ഇന്റൻസിറ്റി എത്രത്തോളം മനസ്സിലാക്കിയിട്ടുണ്ടെന്നുള്ളത് ക്ലയന്റിന് മനസ്സിലാവും ചിലപ്പോൾ നേരത്തെ ഒരാൾ പറഞ്ഞ പോലെ she may started crying by giving the silence അങ്ങനെ സൈലൻസിന് പല മീനിങ് ഉണ്ട് അതിലൂടെ നമ്മൾ പലതും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് ഓക്കെ യെസ് ഇതാണ് നമ്മൾ പേഴ്സൺ സെൻറ്ററിൽ ഇത്രയും കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് പേഴ്സൺ സെൻറ്ററിൽ റോജറിൻ്റെ ഒരു കോൺസെപ്റ്റ് ആണ് അതിൽ empathy unconditional positive regard reflection and genuineness these are the four skills required എൻ്റെ എംപതിയിൽ നമ്മൾ നോൺ വെർബലായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം reflection what is reflection and silence is also important self disclosure some yes next point is self disclosure self disclosure എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ക്ലയൻറ്റിൻ്റെ എക്സ്പീരിയൻസ് പറയുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ നമ്മുടെ ചില എക്സ്പീരിയൻസസ് ഷെയർ ചെയ്യേണ്ടി വരാം പക്ഷെ അത് സൂക്ഷിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ് self disclosure it should be helpful for the counselling okay അപ്പോൾ ഉദാഹരണത്തിന് ടെസ്റ്റ് ആൻസൈറ്റി ഉള്ള ഒരു കുട്ടി നിങ്ങളുടെ കൗൺസിലിംഗിൽ വരികയാണ് അല്ലെങ്കിൽ സ്റ്റേജ് ഫിയർ ഉള്ള ഒരാൾ കൗൺസിലിംഗിൽ വരികയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറയാണ് എനിക്ക് സ്റ്റേജിൽ കയറുന്ന സമയത്ത് എന്താണ് എല്ലാം ബ്ലാങ്ക് ഔട്ട് ആവുന്ന പോലെ തോന്നുന്നു ഒന്നും ഓർമ്മ കിട്ടുന്നില്ല പെട്ടെന്ന് സ്വെറ്റിങ് വരും ഷിവറിങ് ഉണ്ടാവും കൈയൊക്കെ തണുത്തു പോവും എന്താ പറ്റുന്നത് എനിക്ക് അറിയുന്നില്ല സാർ എന്ന് പറയും അപ്പോൾ ഈ സമയത്ത് ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് യു എന്ന് പറഞ്ഞ രീതിയിൽ മനസ്സിലാക്കാൻ പറ്റും നമുക്ക് വേണമെങ്കിൽ സെൽഫ് ഡിസ്ക്ലോഷർ എടുക്കാം യെസ് ഞാനും പണ്ട് സ്കൂൾ പഠിക്കുന്ന സമയത്ത് എനിക്കും ഇതേപോലെ ഉണ്ടായിരുന്നു എനിക്കത് മനസ്സിലാവും നിന്റെ പ്രോബ്ലം എന്നുള്ളത് ഓക്കെ അപ്പോൾ അങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ എന്താ ഗുണം സെൽഫ് ഡിസ്ക്ലോഷർ എടുത്തു കഴിഞ്ഞാൽ എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലൈന്റിനെ മനസ്സിലാവും യെസ് കൗൺസിലറും എന്നെ പോലുള്ള ഒരു ഹ്യൂമൻ ബീയിങ് ആണ് okay this this this can happen to others also എന്നുള്ളൊരു ഫീലിംഗ് വരും so there will be a remedy to overcome this എന്നുള്ള ഒരു കോൺഫിഡൻസും കൂടി ആൾക്ക് വരികയാണ് okay so self disclosure person സെൻറ്റേഡിൽ വരുന്ന ഒരു പോയിന്റ് ആണ് സെൽഫ് ഡിസ്ക്ലോഷർ പക്ഷെ അത് വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ട ഒരു കാര്യമാണ് sir, it can negatively also, no? Yeah, yeah, that's why. That, that's why. can you say any example? example if i say that i also had the same uh, kind of uh, stage fearing and uh, now i overcome like so sometimes the client who is in sitting in front of me can negatively take it as it, oh, uh, how can I come to this person? This person also is same, equal to me. In that sense, also that person can take, no? Mm. Okay, maybe. But in this case, I think uh, no, because uh, he already told he can he uh, he he can able to overcome that there is a solution. Okay. Okay. he get the i think he uh, did not uh, go into that perspective because here suppose ഈ uh, വേറൊരു എക്സാമ്പിൾ പറയാം ഇപ്പോൾ വൈഫിൻ്റെ ഫാമിലിയിലെ ഒരു പ്രോബ്ലത്തിനെ കുറിച്ച് പറയാമെന്ന് വിചാരിക്കാം അപ്പോൾ ഫാമിലിയിൽ എനിക്ക് ഇങ്ങനെയൊക്കെ പ്രോബ്ലം ഉണ്ട് എൻ്റെ വീട്ടിലെ വൈഫും മദർ ഇൻ ലോവും കൂടിയിട്ടുള്ള ഫൈറ്റാണ് നടക്കുന്നത് എനിക്കത് ഉണ്ടാ കുറേ പ്രശ്നങ്ങളുണ്ട് എന്ന് പറയണം അപ്പോൾ കൗൺസിലർ പറയാണ് യെസ് ദ സെയിം ഈ ആ സെയിം പ്രശ്നം തന്നെ എനിക്കും ഉണ്ട് എന്താ ചെയ്യുക പറഞ്ഞു യെസ് ആ സമയത്ത് അദ്ദേഹത്തിന് ചിലപ്പോൾ ചിന്തിക്കാൻ പറ്റും ആ കൗൺസിലർക്ക് ഈ പ്രശ്നമുണ്ട് അയാൾക്ക് സോൾവ് ചെയ്യാൻ പറ്റിയിട്ടില്ല അയാൾ he still suffer that so how can he help me എന്നുള്ളൊരു ഫീലിംഗ് വരാം പക്ഷെ ഇവിടെ അത് അങ്ങനെ വരില്ല എന്ന് എനിക്ക് തോന്നുന്നു so that's my set actually അത് വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള കൗൺസിലേഴ്സിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഡെഫിനറ്റ്ലി നെഗറ്റീവായിട്ട് വരും അത് it depends upon the perspective of client വരാം Okay. Uh, sir, one point can I find out? Yes, sir, uh, പറഞ്ഞ പോലെ ഇങ്ങനെ കോംപ്ലിക്കേറ്റഡ് പ്രോബ്ലംസ് സൈക്കോളജിസ്റ്റിനും പ്രശ്നം പരിഹരിക്കാൻ പറ്റുന്നില്ല പേഷ്യന്റ് കോപ്പറേറ്റ് ചെയ്യുന്നില്ല സണ്ണിലോ uh, അല്ല ഡോക്ടറിനിലോ മദറിനിലോ അല്ലെങ്കിൽ ഡോക്ടറും മദറും മദറിനിലും തമ്മിൽ വ്യത്യാസങ്ങളൊക്കെയാണ് ഇത് ഈ കോംപ്ലിക്കേഷൻ വരുന്നതിന് മുൻപ് സൈക്കോളജിസ്റ്റിന് വിവരം കിട്ടുകയാണെങ്കിൽ why don't the psychologist go to the home institute of the patient coming to the hospital നമ്മുടെ പലതും പരീക്ഷിക്കുന്നുണ്ട് ഫീൽഡ് ടു ലാബിന് പകരം ലാബ് ടു ഫീൽഡ് ഇല്ലേ അഗ്രികൾച്ചറിന്റെ ഒരു പരിപാടി ഉണ്ട് അങ്ങനെ ലാബിലുള്ള ആൾക്കാര് ഫീൽഡിൽ പോയിട്ട് കണ്ടുപിടിച്ചിട്ട് അതിന്റെ പരീക്ഷണം എടുത്തിട്ട് അവർ അതുപോലെ സൈക്കോളജിസ്റ്റ് ബില്ലിംഗ് ആണെങ്കിൽ ഈ വീട്ടിൽ പോയിട്ട് ആ ബില്ലിംഗ് ആണെങ്കിൽ ഈ വീട്ടിൽ പോയിട്ട് നേരിട്ട് സ്റ്റഡി ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങളുണ്ടോ ഒന്ന് നമ്പർ ടു സൈക്കോളജിസ്റ്റിന്റെ ഇൻസ്ട്രക്ഷൻ പ്രകാരം വീട്ടിലുള്ളവരുടെ സംഭാഷണങ്ങളും വീഡിയോ ഓഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റുമോ പറ്റിയിട്ട് കഴിഞ്ഞാൽ അയാൾക്ക് കുറെ കൂടി അതിനെപ്പറ്റി മറ്റേ കൺസ്ട്രക്റ്റീവ് പ്രിൻസിപ്പിൾ ആയിട്ട് എടുക്കാൻ പറ്റും അങ്ങനെ വീട്ടിൽ ആരെങ്കിലും ഒരാളെ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ വീട്ടിൽ actual what is fact patient പറയുന്നു അല്ലെങ്കിൽ മരുമകൾ പറയുന്നു അമ്മ അമ്മായിമ്മ പറയുന്നു അല്ല ശരി അവിടെ ഒരാളെ വിശ്വസിച്ചിട്ട് ഫെയ്ത്തോട് കൂടിയിട്ട് ഒരു റെക്കോർഡ് ചെയ്യാൻ പറയും ഇവരുടെ സംഭാഷണങ്ങളെ അപ്പൊ ആ സംഭാഷണങ്ങളിൽ നിന്ന് as a experience psychology can judge lot of things from my point sir this is exactly we are going to discuss in next day that is in family therapy okay family തെറാപ്പിയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും അപ്പൊ ഈച്ച് പേഴ്സന്റെ നമ്മൾ ഫാമിലി മെമ്പറിന്റെ നമ്മൾ ഒപ്പീനിയൻ ചോദിച്ചു കഴിഞ്ഞിട്ടാണ് ഒരു കൺക്ലൂഷനിൽ എത്തുന്നത് അത് നമ്മൾ ഡിസ്കസ് ചെയ്യാം തീർച്ചയായിട്ടും റെലവെന്റ് ആണത് ഫാമിലി തെറാപ്പിയിൽ yes now we move to ഒരു മിനിറ്റ് എൺപതില് സ്കോളർ എഴുതിയിട്ടുണ്ടല്ലോ അതെ ഓ എൺപതിൽ എഴുതിയിട്ട് അതില് S O L E R ഉണ്ടല്ലോ അതൊക്കെ പോയിന്റ് ഞാൻ ഓൾറെഡി പറഞ്ഞു അത് ഒന്ന് സ്ക്വയറിൽ ജസ്റ്റ് ഞാൻ സ്പീഡ് പറയാം സ്ക്വയറിൽ position open posture O open posture L lean to the conversation okay uh, E, eye contact, or uh, relaxed position. Okay, thank you, sir. One second, I will open another slide. Yes. Now, uh, നമ്മളിപ്പോൾ ഹ്യൂമനിസ്റ്റിക് പെർസ്പെക്റ്റീവ് ആണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് so next gestalt therapy okay so Fritz Perls ആണ് can able to see the picture Sir, yes, sir. Fritz Perl. Fritz, Fritz Perl established this theory in 1950. Okay. So later, uh, his wife also uh, uh, expanded this theory. Yes. We are not moving history and all. Yes, I got it. Uh, Gestalt theory. ഇല്ല not not Uh, clear not clear Not clear. Hello. Is it clear? Zeigarnik Clear, Yes, yes sir. Yes, sir. Yeah. No, it is okay. So gestalt തിയറിയിൽ നമ്മൾ എംഫസൈസ് ചെയ്യുന്ന പോയിന്റ് ഹിയർ ആൻഡ് നൗ ആണ് ഓക്കെ ബിക്കോസ് നമ്മൾ സൈക്കോ ഡൈനാമിക് ഒക്കെ നോക്കാൻ പോകുന്നേ ഉള്ളൂ സൈക്കോ ഡൈനാമിക്കിൽ വരുന്നത് ആ ഒരു അപ്രോച്ച് പാസ്റ്റ് കോൺഫ്ലിക്ട് റെസൊല്യൂഷൻ ആണ് സൈക്കോ ഡൈനാമിക് അപ്രോച്ചിലൊക്കെ വരുന്നത് പക്ഷേ gestalt therapy is more emphasise on here and now what is happening now So Zeigarnik effect means uh, it's based on Zeigarnik effect. It means to have better memories on unfinished business rather than finished and complete. Now, we have mind unfinished business in mind. So in Gestalt therapy, we try to finish the unfinished business. Okay, I will come to that with examples. Uh, and gestalt therapy നമ്മൾ ഹിയർ ആൻഡ് നൗ ഫോക്കസ് ചെയ്യുന്ന പറഞ്ഞല്ലോ അവിടെ നമ്മൾ ക്ലയൻറ്റിനെയും കൂടി നമ്മൾ എന്ത് ചെയ്യുന്നു അവെയർ ആക്കുന്നു ഹിയർ ആൻഡ് നൗവിലേക്ക് സപ്പോസ് എക്സാമ്പിൾ ക്ലയൻറ്റ് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ക്ലയൻറ്റ് ഒരു കാര്യം പറയുന്ന സമയത്ത് സ്കിപ്പ് ചെയ്യാണ് ഓക്കെ ഇപ്പോൾ പഠനത്തിൻ്റെ സ്റ്റുഡൻ്റ് ആണെന്ന് ഇരിക്കും അപ്പോൾ പഠനത്തിൻ്റെ കാര്യം വരുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു ക്ലയൻറ്റ് സ്കിപ്പ് ചെയ്ത് വേറൊന്നിലേക്ക് പോവാണ് maybe consciously or unconsciously or ഫാദറിനെ കുറിച്ച് പറയുന്ന സമയത്ത് ക്ലയൻറ്റ് എന്ത് ചെയ്യുന്നു തല കുനിച്ചു നിൽക്കുന്നു അപ്പോൾ we are observing that and we are actually making aware ഫാദറിനെ കുറിച്ച് പറഞ്ഞ സമയത്ത് ക്ലയൻറ്റ് താഴോ നിങ്ങൾ താഴോട്ടാണല്ലോ നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് അവയർ ആക്കുവാണ് okay so physiologically and psychologically aware about here and now എന്നുള്ളതാണ് കോൺസെപ്റ്റ് നമ്മൾ പാസ്റ്റ് ഡിഗ് ചെയ്തും പോകുന്നില്ല ഇപ്പോഴത്തെ സെനാരിയോ വെച്ച് നമുക്ക് എന്ത് ചെയ്യാം ഇത് പ്രോബ്ലം ഹാസ് എ ഹോൾ എന്നുള്ള രീതിയിൽ എങ്ങനെ കാണാൻ പറ്റും എന്നുള്ളതാണ് ക്ലൈൻറ്റ് പഠിപ്പിക്കുന്നത് ഓക്കെ അതിൽ ഉപയോഗിക്കുന്ന ടെക്നിക്സ് നമുക്ക് നോക്കാം അപ്പോൾ സൈഗാർണിക് ഇഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസ്ഡ് ഓൺ സൈഗാർണിക് ഇഫക്റ്റ് ആണ് ഇപ്പോൾ ചില കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ ഫിനിഷ് ചെയ്യാതെ കിടക്കുന്നുണ്ടാവും അതായിരിക്കാം നമ്മൾ പല സമയത്തും എന്ത് ചെയ്യുന്നുണ്ടാവുക നമ്മുടെ പ്രോബ്ലംസ് ആയിട്ട് വരുന്നതും നമ്മളത് ഫിനിഷ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ടീനേജ് ഞാൻ കൂടുതലും ഡീ ഡീൽ ചെയ്യുന്ന ടീനേജ് സ്റ്റുഡൻസിനാണ് അതുകൊണ്ട് അങ്ങനെയുള്ള എക്സ്പീരിയൻസ് പറയാം അപ്പോൾ ഒരു ടീനേജർ അപ്പോൾ പ്ലസ് ടുവിൽ പഠിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു അവന് ആ റിലേഷൻഷിപ്പിൽ enable to hear yes plus ടുവിൽ പഠിക്കുന്ന സമയത്ത് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു അപ്പോൾ ആ റിലേഷൻഷിപ്പ് അവൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ആ റിലേഷൻഷിപ്പിന്റെ അവസാനം I mean plus two complete ചെയ്യുന്ന സമയത്ത് അവൻ ആ കുട്ടീൻ്റെ അടുക്കുന്ന സ്കിപ്പ് ചെയ്തു അതായത് ആ അവസാന ദിവസം പോയി കണ്ടില്ല ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു അവൻ ആ റിലേഷൻഷിപ്പിൽ നിന്ന് എസ്കേപ്പ് ചെയ്യണമായിരുന്നു പക്ഷെ പറയാതെ തന്നെ എന്ത് ചെയ്യുന്നു അത് എസ്കേപ്പ് ചെയ്തു പിന്നീട് അവൻ കോണ്ടാക്ട് ഒന്നും കൊടുത്തില്ല ഇവൻ അന്വേഷിച്ച് വന്നപ്പോഴൊക്കെ ഇവൻ സ്കിപ്പ് ചെയ്തു പോയി ഇങ്ങനെയൊക്കെയുള്ള ഒരു കാര്യം അവനിൽ കിടക്കുന്നുണ്ട് പക്ഷെ അതിനുശേഷം അവൻ കോളേജിൽ ജോയിൻ ചെയ്തു കോളേജിൽ ജോയിൻ ചെയ്തപ്പോൾ പുതിയ റിലേഷൻഷിപ്പ് ിലേക്ക് അവൻ എൻ്റർ ചെയ്യുമ്പോൾ അവന് ഇത്തരത്തിലുള്ള ഈ പഴയ ഗിൽറ്റ് ഇങ്ങനെ മനസ്സിൽ കിടക്കുവാണ് that is not finished okay that is unfinished so he has a guilt ഇവിടെ ഒരു ഇമോഷൻ ആയി അൺഫിനിഷ്ഡ് ആയിട്ട് കിടക്കുന്നത് ഒരു ഗിൽട്ടാണ് അത് ഞാൻ അന്ന് പറഞ്ഞില്ലല്ലോ എന്നോട് പറ എന്തായിരുന്നു പറയാനുണ്ടായിരുന്നുണ്ടാവുക ഞാൻ എന്താണ് പറയാണ്ട് പോയത് എന്നുള്ള അൺഫിനിഷ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എടുക്കുകയാണ് നമ്മൾ ഒരു ഒരു ഇമാജിനേഷനിലൂടെയോ ഒരു റോൾ പ്ലേയിലൂടെയോ അത് ഫിനിഷ് ചെയ്യുന്നു ജസ്റ്റ് പല ടെക്നിക്കുകളും യൂസ് ചെയ്തിട്ട് അത് അവൻ്റെ മനസ്സിൽ നിന്നും അത് ഫിനിഷ് ചെയ്യുന്നു ആ ഗിൽട്ട് അപ്പോൾ പിന്നെ അവൻ ആ വീണ്ടും അതുപോലുള്ള സന്ദർഭങ്ങൾ വരുന്ന സമയത്ത് ആ ഗിൽട്ട് അവന് ഉണ്ടാവാതിരിക്കുകയും മുന്നോട്ട് പോകാൻ പറ്റുകയും ചെയ്യുന്നു okay it's a simple example yes Uh, the core idea is talk about the bring the client back to the experience and awareness sources are removing the block blockade ഉണ്ടാകുന്ന സമയത്ത് എന്തൊക്കെയാണോ മുന്നേ ഉണ്ടായ സംഭവങ്ങളിൽ ബ്ലോക്ക് ചെയ്ത് അൺഫിനിഷ്ഡ് ആയിട്ട് കിടക്കുന്നത് അത് നമ്മൾ ഫിനിഷ് ചെയ്യുന്നു അതെങ്ങനെ നമുക്ക് നോക്കാം ടെക്നിക് യൂസ്ഡ് ഇത് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ് two chair method empty chair method എന്നൊക്കെ വിളിക്കുന്ന ടെക്നിക്ക് ഓക്കെ അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ചില സമയത്ത് നമുക്കൊരു പേഴ്സൺ ഇപ്പോൾ വേറൊരു എക്സാമ്പിൾ പറയാം ഒരു ഒരു ടീനേജ് സ്റ്റുഡൻറ് വന്നു അപ്പോൾ അവൻ്റെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അച്ഛനുമായിട്ട് സ്ഥിരം കോൺഫ്ലിക്റ്റ് ആണ് അപ്പോൾ ചോദിച്ചു കഴിഞ്ഞ സമയത്ത് പറയുകയാണ് അച്ഛൻ എനിക്കൊരു വില തരുന്നില്ല വീട്ടിൽ അപ്പോൾ അനിയനെ വഴക്ക് പറയുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു അച്ഛൻ പറയും നിനക്ക് അത് പറയാനുള്ള അർഹതയൊന്നുമില്ല നീ പഠിക്കുന്നൊന്നുമില്ലല്ലോ എന്നൊക്കെ പറയാണ് ഇങ്ങനെയൊക്കെ അവൻ പറയണം എല്ലാം അച്ഛനെ ബ്ലെയിം ചെയ്ത് പറയുന്നു അപ്പൊ അച്ഛനായിട്ടുള്ള കോൺഫ്ലിക്റ്റ് ആണ് അവിടെ പ്രശ്നം അതിന്റെ പേരിൽ അവൻ വീട് വിട്ടുപോകുന്നു അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ അപ്പൊ ഈ സമയത്ത് ഈ എം ടി ചെയർ യൂസ് ചെയ്യാൻ നമുക്ക് എം ടി ചെയർ എന്ന് പറഞ്ഞെങ്കിൽ ഒരു ചെയർ നിങ്ങൾ വയ്ക്കുകയും ഓപ്പോസിറ്റ് എന്ത് ചെയ്യുന്നു ഒരു എം ടി ആയിട്ട് ഒരു ചെയർ ഇടുന്നു ഓക്കെ എം ടി ചെയർ രണ്ട് തരത്തിൽ ചെയ്യാം ഒന്ന് അതർ പേഴ്സൺ ഉള്ള കോൺഫ്ലിക്റ്റിലും ചെയ്യാം നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവും അതായത് നമ്മുടെ ഉള്ളിൽ തന്നെ രണ്ട് പേഴ്സൺസ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും ഒന്ന് ചിലപ്പോൾ ഒരു സ്ട്രോങ് ആയിട്ടുള്ള മുന്നോട്ട് പോവാൻ പറയുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം മറ്റേത് പുൾ ബാക്ക് ചെയ്യുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം ഓക്കെ ഇങ്ങനെയുള്ളതിൽ നമുക്ക് യൂസ് ചെയ്യാം അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ആദ്യത്തെ എക്സാമ്പിൾ നമുക്ക് നോക്കാം എം ടി ചെയറിൽ അപ്പോൾ അവൻ അവിടെ ഇരുത്തി ചെയറിൽ അതിനുശേഷം ഓപ്പോസിറ്റ് എന്ത് ചെയ്യുന്നു നമ്മൾ ഇമാജിൻ ചെയ്യുകയാണ് ഫാദർ ഇരിക്കുന്നതായിട്ട് ഓക്കെ ഫാദർ ഫാദറിന്റെ ചെയറാണത് അപ്പൊ ഇവൻ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഫാദറോട് പറയാനുള്ള കാര്യങ്ങളൊക്കെ ഇവൻ ഈ ചെയറിൽ ഇരുന്നിട്ട് ഇതൊക്കെ മൈൻഡിലും ആണ് ഈ പ്രോസസ്സ് നടക്കുന്നത് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ നമ്മൾ എന്ത് ചെയ്യുന്നു ഫാദറോട് പറയാനുള്ള കോൺഫ്ലിക്റ്റിന്റെ കാര്യങ്ങളൊക്കെ ഫാദറോട് പറയാൻ പറയുന്നു father is listening to you he's just sitting in front of you എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ആംബിയൻസ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നു അതിനുശേഷം ഇവന് പറയാനുള്ള കാര്യങ്ങളൊക്കെ ബ്ലെയിം ചെയ്ത് പറഞ്ഞതിന് ശേഷം ഇവരെന്ത് ചെയ്യുന്നു നമ്മളെ ഫാദറിന്റെ ചെയറിലേക്ക് മാറ്റിയിരുത്തുന്നു ഓക്കെ അപ്പൊ അവൻ ഫാദറിന്റെ ചെയറിൽ ഇരിക്കുന്ന സമയത്ത് he become the father and opposite chair he sitting അങ്ങനെ ഒരു കോൺസെപ്റ്റ് അപ്പൊ ആ സമയത്ത് അവന് ഫാദറിന്റെ പെർസ്പെക്റ്റീവില് തിരിച്ചുത്തരം പറയണം അങ്ങനെ പറയുന്ന സമയത്ത് മിക്കപ്പോഴും എസ്പെഷ്യലി ടീനേജേഴ്സിൽ ഒരു ഇൻസൈറ്റ് കിട്ടുന്നതായിട്ട് കാണാറുണ്ട് അപ്പോൾ അത് ഈ ഒരു ഒക്കെ മൈൻഡിൽ നടക്കുന്ന ആണ് അത് കഴിഞ്ഞിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ഫാദർ നിന്നോട് പറഞ്ഞതെന്ന് ചോദിക്കുമ്പം അവൻ തന്നെയാണ് ഫാദർ ആക്ച്വലി ആ പെർസ്പെക്റ്റീവിലാണ് ചിന്തിക്കാൻ പഠിപ്പിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് പലപ്പോഴും ആ ഒരു ഇൻസൈറ്റ് കിട്ടുന്നതായി കാണാറുണ്ട് യെസ് എൻ്റെ ചില ബിഹേവ് എൻ്റെ ചില ബിഹേവിയർ ഒന്നും അച്ഛൻ ഇഷ്ടപ്പെടുന്നില്ല ഞാൻ പഠിക്കുന്നില്ല ഇപ്പം പിന്നെ മറ്റു കൂട്ടുകാരുമായിട്ട് മദ്യപിക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരുമ്പോഴായിരിക്കും അച്ഛൻ നേരെയാക്കാൻ വേണ്ടിയിട്ടായിരിക്കും എന്നെ ഇങ്ങനെ പറയുന്നത് എന്നുള്ള ഒരു ഇതിലേക്ക് എത്തുന്നത് കാണാൻ പറ്റാറുണ്ട് Okay. So uh, by understanding others perspective and others thought. ഇത് ഒരു മെത്തേഡ് ഇനി നമ്മുടെ ഉള്ളിൽ തന്നെ ചിലപ്പോൾ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവാം ഒരു സ്ട്രോങ് പേഴ്സണും ഒരു വീക്ക് പേഴ്സണും ഉണ്ടാവും അപ്പോൾ വീണ്ടും ചെയറിലിരിക്കുന്നു സ്ട്രോങ് പേഴ്സൺ വീക്ക് പേഴ്സണോട് ആദ്യം സംസാരിക്കുന്നു അതിനുശേഷം വീക്ക് പേഴ്സൺ ആദ്യം സ്ട്രോങ് പേഴ്സണോട് സംസാരിക്കുന്നു പിന്നെ സ്ട്രോങ് പേഴ്സൺ വീണ്ടും വീക്ക് പേഴ്സണോട് സംസാരിക്കുന്നു അപ്പോൾ ആ കമ്മ്യൂണിക്കേഷനിൽ അവൻ ആ കോൺഫ്ലിക്റ്റ് അവനുമായിട്ട് തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് റിസോൾവ് ചെയ്യുന്നതായിട്ട് കാണാറുണ്ട് സോ ഈ ഒരു ഈ ഒരു ടെക്നിക്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ നിങ്ങൾക്ക് ഇത്ര പറഞ്ഞതിൽ ഇത് ഉറക്കെയാണോ ഈ ക്ലയന്റ് സംസാരിക്കേണ്ടത് ഇല്ല മനസ്സിലാണോ ഡിപ്പെൻഡ്സ് അപ്പോൺ ഹിം ഓക്കെ നമ്മൾ ക്ലയന്റിന്റെ ഒരു ഇഷ്ടത്തിനനുസരിച്ച് മനസ്സിൽ സംസാരിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടി എഫക്റ്റീവ് ആയിട്ട് വരുന്ന കാണാറുണ്ട് at last we can ask whether he is willing to share means he can share okay ചിലപ്പോൾ നമ്മൾ ഇനീഷ്യേറ്റ് ചെയ്ത് കൊടുക്കേണ്ടി വരും ജസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ ഇനീഷ്യേറ്റ് ചെയ്ത് കൊടുക്കേണ്ടി വരും ഇപ്പോൾ ക്ലൈൻറ്റ് അവിടെ ഇരിക്കുകയാണ് അപ്പോൾ ക്ലൈൻറ്റിനെ ഇനീഷ്യേറ്റ് ചെയ്ത് കൊടുക്കാം ഓക്കെ അച്ഛനോട് ചോദിക്കാം എന്തൊക്കെയാ അച്ഛൻ എന്തൊക്കെയാ ചെയ്ത് എന്നെക്കുറിച്ച് എന്നുള്ള അച്ഛനോട് ചോദിക്കാമെന്ന് പറയാം അപ്പോൾ പിന്നീട് അവൻ കണ്ടിന്യൂ ചെയ്തോളും മൈൻഡിൽ അതിനുശേഷം ഫാദറിൻ്റെ പൊസിഷനിൽ ഇരുന്നതിന് ശേഷം വീണ്ടും നമുക്ക് ഇനീഷ്യേറ്റ് ചെയ്യാം ഓക്കെ അങ്ങനെയൊക്കെ ആണെങ്കിൽ മോനോട് എന്തൊക്കെയാണ് പറയാനുള്ളത് അച്ഛന് എന്നുള്ള രീതിയിൽ നമുക്ക് ഇനീഷ്യേറ്റ് ചെയ്ത് കൊടുക്കാം okay strong person weak person എന്ന കേസിൽ എങ്ങനെയാണ് ചെയ്യുന്നത് ചെയർ മാറിയിരിക്കുന്നുണ്ടോ ചെയർ മാറിയിരിക്കുന്നുണ്ട് ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ സ്ട്രോങ് പേഴ്സണോട് വീക്ക് പേഴ്സൺ പറയാനുള്ളതൊക്കെ പറയുന്നു എനിക്കിതൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എനിക്ക് ഇതൊക്കെ ചെയ്യണമെന്നുണ്ട് പക്ഷേ എൻ്റെ മടി കാരണം അല്ലെങ്കിൽ എനിക്ക് പേടിയാണ് അത് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നൊക്കെ പറയാണ് അപ്പോൾ അവൻ്റെ ഉള്ളിൽ തന്നെയുള്ള എമർജ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉള്ള ഒരാളുണ്ടാവും അപ്പോൾ അയാളാണ് ഇനി സ്ട്രോങ് ആയിട്ട് നമ്മളപ്പോൾ വെർബലി പറയണത് ഇപ്പോൾ ഇപ്പോൾ ഇരിക്കുന്ന സ്ട്രോങ് ആയിട്ടുള്ള ഒരാളാണ് അവിടെ നമ്മൾ അവരുടെ പൊസിഷൻസും ബോഡി ലാംഗ്വേജ് ഒക്കെ കറക്റ്റ് ചെയ്ത് അതിന് എക്സ്റ്റേണൽ ആയിട്ട് അവന് ആ ഒരു ബൂസ്റ്റിംഗ് കൊടുക്കുന്നു അതിനുശേഷം വീക്ക് പേഴ്സൺ പറഞ്ഞു കഴിഞ്ഞല്ലോ നിന്റെ ഉള്ളിൽ ഇനി അവനോട് എന്തൊക്കെയാണ് പറയാനുള്ളത് തിരിച്ചു പറയാൻ പറയും അപ്പോൾ ഈ സ്ട്രോങ് പേഴ്സൺ ചിലപ്പോൾ പറയാം യെസ് ഇങ്ങനെയൊക്കെ ഉണ്ട് മടി നിനക്കെങ്കിലും എങ്ങനെ ആയാൽ ശരിയാവില്ല ഇങ്ങനെയൊക്കെ അച്ചീവ് ചെയ്യാനുണ്ട് അപ്പോൾ നമുക്ക് എന്താ ഇതിന് പുറത്ത് കടന്നേ പറ്റും എന്തൊക്കെയാണ് നിനക്ക് എന്നുള്ള നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അവൻ്റെ ഉള്ളിലുള്ള സ്ട്രോങ് പേഴ്സണെ നമ്മൾ ഒന്നുകൂടി ഡൊമിനേറ്റ് ചെയ്യാണ് ഈ കോൺവെർസേഷനിലൂടെ it's like a role play we are acting both sides of our mind okay അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് സെക്കൻഡ് സർ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നമുക്ക് കണ്ടുവരുന്നുണ്ടല്ലോ ബുള്ളിങ് ചൈൽഡ് ബുള്ളിങ് ഒക്കെ അപ്പൊ അപ്പൊ ഈ ബുള്ളിങ്ങിന്റെ സിറ്റുവേഷനിൽ ഇതെങ്ങനെ നമുക്ക് അവതരിപ്പിക്കാൻ പറ്റും നമ്മളെ ഞാൻ പറഞ്ഞ എല്ലാ കേസിലും ഇത് അപ്ലിക്കബിൾ അല്ല ഇവിടെ ആ പേഴ്സണെ നമുക്ക് ഡിഫറെന്റ് പേഴ്സ്പെക്റ്റീവിൽ ചിന്തിക്കാൻ പഠിപ്പിക്കണമെങ്കിൽ മാത്രമേ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റൂ ബുള്ളിങ് കേസിൽ ഇത് അപ്ലിക്കബിൾ അല്ല അവിടെ അത് നമുക്ക് hello hello sir self confidence ഇല്ലാത്ത കേസസിലാണോ നമുക്ക് ഇത് ആപ്ലിക്കബിൾ ആവാൻ പറ്റുന്നത് ഇത് അപ്ലിക്കബിൾ ആവാൻ പറ്റുന്നത് മെയിൻലി കോൺഫ്ലിക്ട്സ് വരുമ്പോഴാണ് അതായത് നമ്മുടെ ഉള്ളിൽ തന്നെ രണ്ട് കോൺഫ്ലിക്ട്സ് നടക്കും അതായത് ഇത് ചെയ്യണോ അത് ചെയ്യണ്ടയോ ഓക്കെ എനിക്ക് ഇങ്ങനെ ഇങ്ങനെ പോകണോ പോകണ്ടയോ എന്നുള്ളൊരു കോൺഫ്ലിക്റ്റ് നടക്കും ചിലപ്പോൾ ഇപ്പോൾ ഒരു പേഴ്സണൽ ആയിട്ടുള്ള കോൺഫ്ലിക്റ്റ് ആയിരിക്കാം ഒരു പാരന്റ് പാരന്റൽ അതോറിറ്റി ആയിട്ടോ അല്ലെങ്കിൽ മറ്റു പേഴ്സൺ ആയിട്ടുള്ള കോൺഫ്ലിക്റ്റ് ആയിരിക്കാം അപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത് ആ കോൺഫ്ലിക്റ്റ് ആണ് നമ്മൾ റിസോൾവ് ചെയ്യുന്നത് അവിടെ ചിലപ്പോൾ ഇമോഷൻ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കും ഒരു സെഷനിൽ നടന്നെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാദറും അവനും തമ്മിൽ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞു അതിനുശേഷം വേണമെങ്കിൽ വീണ്ടും ഫാദർ കഴിഞ്ഞിട്ട് അവന്റെ ചെയറിലേക്ക് ഇരിക്കുന്ന സമയത്ത് അവൻ എന്താണ് അവൻ പൊട്ടിക്കരയാണ് അപ്പോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഫാദറോട് സോറി പറയണം ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ വീണ്ടും അവനോട് കണ്ണടച്ചിട്ട് ഫാദറോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറഞ്ഞു അപ്പോൾ അവൻ പറഞ്ഞു യെസ് ഞാൻ ഫാദറോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു എൻ്റെ ഭാഗത്ത് ഇങ്ങനത്തെ തെറ്റുകളുണ്ട് ഇനി അത് ആവർത്തിക്കില്ല ഇങ്ങനെ മുന്നോട്ട് പോവാം അപ്പോൾ ആ ഒരു ഇൻസൈറ്റ് വരുന്നതിന് വേണ്ടിയിട്ട് അതർ പെർസ്പെക്റ്റീവിൽ നിന്ന് ചിന്തിക്കുമ്പോഴാണ് അവൻ ആ ഇൻസൈറ്റ് വന്നത് അങ്ങനെയുള്ള കേസസിൽ നമുക്കിത് അപ്ലിക്കബിൾ ആണ് സാർ അങ്ങനെയാണെങ്കിൽ സാർ പറഞ്ഞ ഈ എക്സാമ്പിൾ ഫാദർ കേസിൽ ഈ ഫാദറിന്റെ ഫാദറിനോട് child is going through this much emotional stress because of this അറിയേണ്ട ആവശ്യമില്ലേ മനസ്സിലായില്ല ഒന്നുകൂടി ക്യാൻ യു റിപ്പീറ്റ് ഇപ്പോൾ സാറി പറഞ്ഞ എക്സാമ്പിൾ സൺ ആൻഡ് ഫാദറിന്റെ എക്സാമ്പിള് കുട്ടി ലോട്ട്സ് ഓഫ് ഇമോഷണൽ സ്ട്രെസ് അതുകൊണ്ടാണല്ലോ ഇങ്ങനെ സിറ്റുവേഷൻ വേണ്ടി വന്നത് അപ്പോൾ your child is going through this much emotional stress because of this നിങ്ങളുടെ ഇത് കൊണ്ട് നിങ്ങളുടെ സ്റ്റിഫ്നെസ് കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ അതോറിറ്റി കൊണ്ടോ മകൻ ഇത്രയും ഇമോഷണൽ സ്ട്രെസ് അനുഭവിക്കുന്നുണ്ട് എന്നുള്ളത് ഫാദർ നോ ദാറ്റ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് second stage second stage we need to attend father also yes definitely അത് വേണം നമുക്ക് എന്തായാലും അപ്പോഴും മാത്രമല്ല കോംപ്ലിമെന്ററി ആവുള്ളൂ വീണ്ടും ഇവൻ അതേ ഒരു സിറ്റുവേഷൻസിൽ വീണ്ടും പോകുന്ന സമയത്ത് ആ ഒരു എൻവയോൺമെന്റ് തന്നെ ആണെങ്കിൽ ചിലപ്പോൾ പഴയതിലേക്ക് തന്നെ വീണ്ടും എത്താം അത് നമ്മൾ അത് ബ്ലോക്ക് ചെയ്യണം അത് ഫാദറോട് നമ്മൾ ഇൻഫോം ചെയ്യേണ്ടി വരും ബട്ട് ഇവന്റെ ഏരിയ ഇവന്റെ ഏരിയ ആദ്യം കറക്റ്റ് ചെയ്തല്ലോ നമ്മളെ അപ്പൊ ഇവന്റെ പോയിന്റ് ഓഫ് വ്യൂവും ഏരിയയും കറക്റ്റ് ചെയ്തു ഇനി അത് അവൻ കറക്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്ന സമയത്ത് ഫാദറും കൂടി കോപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് എൻവയോൺമെന്റ് ഫ്രൂട്ട്ഫുൾ ആവുന്നു ഡിസിഷൻ മേക്കിംഗിലെ പ്രശ്നമുള്ള ആളുകൾക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പലപ്പോഴും ഞാൻ സ്റ്റുഡൻസിന്റെ കേസിൽ ഡിസിഷൻ മേക്കിംഗ് പ്രശ്നം വരുന്ന സമയത്ത് ഇത് അപ്ലൈ ചെയ്യാറുണ്ട് മൈൻഡ് അതാണ് പറഞ്ഞത് നമ്മൾ സാധാരണ നമ്മൾ എന്താ ചെയ്യുക പോസിറ്റീവും നെഗറ്റീവും നമ്മൾ എഴുതി നോക്കിയിട്ട് അങ്ങനെയാണല്ലോ നമ്മൾ ചെയ്യുക നമ്മൾ ഇങ്ങനെ ഒരു ഡിസിഷനിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അതിന്റെ ആഫ്റ്റർ എഫക്ട് എന്താണ് അതിന്റെ പോസിറ്റീവ് എന്താണ് നെഗറ്റീവ് എന്താണ് അതിനനുസരിച്ച് നമ്മൾ ബാലൻസ് ചെയ്ത് നോക്കിയിട്ട് ഒരു ഡിസിഷൻ എടുക്കും അല്ലെ പക്ഷെ പലപ്പോഴും നമുക്ക് എഴുതിയിട്ട് അത് എടുക്കാൻ പറ്റാത്ത സിറ്റുവേഷൻസ് വരും ഒരു ഇമോഷണലി നമ്മൾ ഫ്യൂസ്ഡ് ആയിരിക്കും അങ്ങനെയുള്ള സിറ്റുവേഷൻസിലാണ് എം ടി ചെയർ യൂസ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി നമുക്ക് ബെറ്റർ ക്ലാരിറ്റി കിട്ടും ഏത് ഡിസിഷൻ എന്തെടുക്കണം എന്നുള്ളത് ഓക്കെ നിങ്ങളുടെ ഒരു ഡിസിഷൻ എടുക്കാൻ കോൺഫ്ലിക്റ്റ് വരുന്നതിന് കാരണം അതിന് രണ്ട് മൈൻഡ് ഉണ്ടാവുന്നതുകൊണ്ടാണല്ലോ ഒന്ന് മുന്നോട്ട് പോകാനുള്ളത് ഒന്ന് വേണ്ട എന്ന് പറയുന്നത് അല്ലേ അതെ അത് ഒരു രണ്ട് മൈൻഡിന് രണ്ട് ചെയറിലാക്കി ഇരുത്തിയതിന് ശേഷം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം അത് നമ്മളോട് തന്നെ നമ്മൾ കൺസോൾ ചെയ്യാണ് ഓക്കെ നിനക്ക് ഇങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവും കേട്ടോ അത് നീ അനുഭവിക്കാൻ തയ്യാറാണോ ചോദിക്കുകയാണ് അപ്പോൾ ഇല്ല എനിക്ക് അത് അനുഭവിക്കാൻ എനിക്ക് പറ്റില്ല അതെനിക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ് അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ നീ അത് ചെയ്യണ്ട എന്നുള്ള രീതിയിലേക്ക് എത്തും അപ്പോൾ ഒരു ഡൗട്ടും കൂടി ചോദിച്ചോട്ടെ ഓക്കെ സാർ ഈ empty chair method if uh, ഒരു person has passed away ഒരു വ്യക്തി മരിച്ചിരിക്കുന്നു പക്ഷെ ആ വ്യക്തിയുടെ ബാഡ് ബിഹേവിയർ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ആള് സ്റ്റിൽ ടോണ്ടിങ് അല്ലാണ്ട് ബുദ്ധിമുട്ടിക്കുന്നുണ്ട് അപ്പോൾ ഈ മെത്തേഡ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമോ ഓ യൂസ് ചെയ്യാം യൂസ് ചെയ്യാം തീർച്ചയായിട്ടും അതായത് അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ എം ടി ചെയറിൽ മരിച്ച് മരിച്ച ആൾ എന്ത് ചെയ്യും നമ്മൾ എം ടി ചെയറിലേക്ക് കൊണ്ടുവരും അതിനുശേഷം ഈ പറഞ്ഞ പോലെ അൺഫിനിഷ്ഡ് ബിസിനസ് നമുക്ക് പറയാം നമ്മൾ അന്ന് അന്ന് ചെയ്ത കാര്യങ്ങൾ ഹോണ്ട് ചെയ്ത കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ നമ്മളെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് അല്ലെങ്കിൽ അവരെന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നുള്ളത് അതൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഒരു ഇമാജിനേഷനാണ് ആ മുമ്പ് മുമ്പിലുണ്ടായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും മരിച്ചു കഴിഞ്ഞതിന് ശേഷമുള്ള ഹോണ്ടിങ് നമുക്കിത് എം ടി ചെയർ യൂസ് ചെയ്യാറുണ്ട് ഹലോ സാർ സാർ ഇത് കൗൺസിലിങ്ങിന് ഇപ്പോ നമ്മളിപ്പോ രണ്ട് മൂന്ന് സിറ്റിംഗ് കഴിയുമ്പോഴൊക്കെയാണോ ഇങ്ങനെ ഈ മെത്തേഡ്സ് യൂസ് ചെയ്യാറ് യെസ് ഇനീഷ്യലി ഞാൻ പറഞ്ഞല്ലോ ആ റാപ്പോർട്ട് ബിൽഡിങ്ങും ആ പ്രോബ്ലം എക്സ്പ്ലോറേഷൻ ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഈ ടെക്നിക്കൽ തെറാപ്പിയിലേക്ക് പോവുക അതെ okay okay thank you sir രണ്ട് പറയാൻ പറ്റില്ല ചിലപ്പോൾ അതിലധികം വേണ്ടി വരാം depends upon the client space നമ്മൾ ക്ലൈൻറ്റിൻ്റെ പേസ് അനുസരിച്ചിട്ട് if he's willing to attend എന്നുള്ളത് നമ്മൾ ആ പ്രോബ്ലം എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ okay thank you sir yes we are moving forward just നേരത്തെ പറഞ്ഞ പോലെ എം ടി ചെയർ ഒരു ഇമ്പോർട്ടൻ്റ് ടെക്നിക്ക് ആയതുകൊണ്ടാണ് ഞാനത് സ്ട്രെസ് uh, ചെയ്ത് പറഞ്ഞത് വേറെ നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാം റോൾ uh, പ്ലേ uh, ഇതുപോലെ തന്നെ ഈ എം ടി ചെയറിന് പകരമായിട്ട് മറ്റ് ആളുടെ പെർസ്പെക്റ്റീവിൽ നിന്നിട്ട് അവർ അവർ മറ്റുള്ള ആളായി മാറിയിട്ട് അവരുടെ പെർസ്പെക്റ്റീവിൽ റോൾ പ്ലേ ചെയ്യാം ആ ഒരു മെത്തേഡ് യൂസ് ചെയ്യാം പിന്നെ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും അവരുടെ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ എടുക്കാം നമുക്ക് അതായത് എല്ലാ മദർ ഇൻ ലോ ഇങ്ങനെ ചെയ്യാറുണ്ട് എന്നുള്ള ഒരു ഇതാണ് അപ്പോൾ നമ്മൾ സ്പെസിഫിക് ആയിട്ട് ചോദിക്കുന്നു അപ്പോൾ എന്ത് ചെയ്യുന്നു നിങ്ങൾക്ക് നിങ്ങളുടെ മദർ ഇൻ ലോ അങ്ങനെ ചെയ്യുന്നതായിട്ട് ഫീൽ ചെയ്യുന്നു അല്ലേ ഓക്കെ അവരുടെ പെർസ്പെക്റ്റീവിലേക്ക് അതിനെ എത്തിക്കാൻ വേണ്ടിയിട്ടും അത് ഹിയർ ആൻഡ് നൗവിൻ്റെ ഒരു ആണ് അവർ ജനറലൈസ് ചെയ്ത് ഇങ്ങനെ പോകാനാണ് ശ്രമിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അവരുടെ അവരുടെ ജീവിതത്തിൽ അതെങ്ങനെ ബാധിക്കുന്നുള്ളതിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം പേഴ്സൺ സെൻറ്റേഡിനെ കമ്പയർ ചെയ്യുമ്പം ഇത് കുറച്ചും കൂടി കൺഫ്രണ്ടേഷൻ ഉള്ള ഒരു മെത്തേഡാണ് പലപ്പോഴും നമ്മുടെ അവരുടെ ബോഡി ലാംഗ്വേജ് ഒക്കെ നമ്മൾ അവരുടെ അവെയർ ആക്കി കൊടുക്കേണ്ടി വരും ചിലപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് നമ്മൾ സ്പെസിഫിക് ആയിട്ട് അവരിലേക്ക് കൊണ്ടുവരേണ്ടി വരും ക്വസ്റ്റ്യന് അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു ടെക്നിക്കും കൂടി ഗസ്റ്റ് യൂസ് ചെയ്യുന്നത് ഒരു ഡൗട്ട് ഒരു ഡൗട്ട് ഈ എം ടി ചെയർ എന്ന് പറയുമ്പോൾ സപ്പോസ് ഒരാൾക്ക് തന്നെ ഒരേ സമയം രണ്ട് മൂന്ന് പേരുമായിട്ട് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അറ്റ് എ ടൈം ഒരു എം ടി ചെയറിലെ നമ്മൾ ഉപയോഗിക്കാൻ പാടുള്ളൂ ഇല്ല അതെ അതെ അതെ തീർച്ചയായിട്ടും അത്ര തന്നെ പറ്റുള്ളൂ ടീച്ചർ മെത്തേഡ് ഉണ്ട് പക്ഷേ that is not in gestalt നമ്മൾ ടി എ ട്രാൻസാക്ഷൻ അനാലിസിസ് എന്നൊക്കെ പറയുന്നത് ത്രീ ചെയർ മെത്തേഡ് ഉണ്ട് so that is different okay mm. Sir, can you please share your slide? Sir, കേൾക്കുന്നുണ്ടോ ആ കേൾക്കാം കേൾക്കാം സാർ ഈ M T chair technique use ചെയ്തിട്ട് അത് അതിനൊരു എഫക്റ്റ് വരാത്ത സിറ്റുവേഷൻസ് ഉണ്ടാവില്ലേ അതെ അതെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഉണ്ടാവാം അപ്പൊ പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്തായിരിക്കണം നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ എവിടെയാണ് ക്ലൈന്റ് സ്റ്റക്കായി നിൽക്കുന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യണം അതിനനുസരിച്ച് നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് എടുക്കാൻ പറ്റുള്ളൂ ഇപ്പം client is not ready to ചിലപ്പോൾ എം ടി ചെയറിൽ എന്താണ് അതർ പെർസ്പെക്റ്റീവിൽ അങ്ങനെ ഉണ്ടാവാറുണ്ട് അതർ പെർസ്പെക്റ്റീവിൽ ഇരുന്നാലും എന്താണ് പറഞ്ഞു വയ്ക്കുമ്പോൾ ഒന്നും പറഞ്ഞില്ല എന്ന് പറയും അപ്പോൾ they are not ready to accept or others perspective എന്നുള്ളതാണ് അവിടെ നമ്മൾ വർക്ക് ചെയ്യേണ്ടത് ഓക്കെ വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം ഇമോഷനിലേക്ക് തിരിച്ചു പോകണം ഇമോഷനിലേക്ക് തിരിച്ചു പോകണം അറ്റൻഡ് ചെയ്യണം അറ്റൻഡിങ് റെസ്പോണ്ടിങ്ങിലേക്ക് തന്നെ തിരിച്ചു പോയിട്ട് വീണ്ടും കൊണ്ടുവരാൻ ശ്രമിക്കണം okay Sir, can you kindly uh, share it? Uh, I think it's in a very small view. View is not clear. It is PDF, that's why I think. Okay okay sir no problem so next humanistic perspective എന്ന് പറയുന്നത് എക്സിസ്റ്റൻഷ്യൽ തെറാപ്പിയാണ് that is Soren and Jean Paul Martin Heidegger coined out this theory existential കുറച്ചും കൂടി ഒരു ഒരു ഒരു ഫിലോസഫിക്കൽ കോൺസെപ്റ്റാണ് ഈ ഒരു തിയറിയിലുള്ളത് <clears throat> അതായത് നമ്മുടെ നമ്മുടെ വാല്യൂസ് മനസ്സിലാക്കുകയും നമ്മൾ എടുക്കുന്ന ഡിസിഷന്റെ കോൺസിക്വൻസസ് മനസ്സിലാക്കുകയും അതിന്റെ റെസ്പോൺസിബിലിറ്റി ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാവുകയും തയ്യാറാക്കുകയും ചെയ്യുന്ന ഡിസിഷൻസ് ആണ് എക്സിസ്റ്റൻഷ്യൽ തെറാപ്പിയിൽ കൂടുതൽ നടക്കുന്നത് okay the method of introspection and identifying the emotional themes and clustering it accordingly yes അതായത് ഓരോ പ്രോബ്ലംസും centred to human life are existent in nature basically hurdles the personality growth of an individual okay നമുക്കൊരു ഒരു ക്രൈസിസ് വരും എല്ലാ ഓരോ നിന്ന് വരുന്ന സമയത്ത് നമ്മളൊരു ക്രൈസിസിലായിരിക്കും ഒരു പ്രോബ്ലത്തിലായിരിക്കും ആ പ്രോബ്ലത്തിന് നമ്മുടെ വാല്യൂസുമായിട്ട് എന്ത് ബന്ധമുണ്ട് നമുക്ക് എടുക്കാം നമുക്ക് എന്ത് ഡിസിഷൻ എടുക്കാൻ പറ്റും എന്തൊക്കെ ഹഡിൽസ് നമുക്ക് ആക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോവാം ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് അവരവരായി തന്നെ ജീവിക്കാനാണ് എന്ത് ചെയ്യാം എക്സിസ്റ്റൻഷ്യൽ തെറാപ്പി പറയാം ഇപ്പോൾ ഉദാഹരണം ഞാൻ പറയാം ഉദാഹരണം ഒരാൾ വർക്ക് ചെയ്യുന്നത് ഐ ടി ഫീൽഡിലാണ് ഓക്കെ പക്ഷേ ആൾക്ക് ഐ ടി ഫീൽഡ് ഇഷ്ടമല്ല അയാൾ എന്ത് ചെയ്യുന്നു അയാൾ അയാൾക്ക് നൈറ്റ് ഷിഫ്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ ബിസി ഷെഡ്യൂൾ ഇതൊന്നും അയാൾക്ക് താങ്ങാൻ പറ്റുന്നില്ല അയാൾ ഒക്കുപ്പേഷണൽ സ്ട്രെസ് ഉണ്ട് അയാൾക്ക് നല്ലോണം ഒക്കുപ്പേഷണൽ സ്ട്രെസ് ഉണ്ട് he is not liking his job ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ കൗൺസിലിങ്ങിന് വരികയാണ് പക്ഷെ അയാളുടെ ഒരു വാല്യൂ എന്ന് പറയുന്ന സമയത്ത് ദാറ്റ് ഈസ് ഡിഫറെൻറ്റ് അയാളുടെ എക്സ്പെക്റ്റേഷൻ ഈസ് ഡിഫറെൻറ്റ് അപ്പോൾ അയാൾക്ക് ഐ ടിയിലല്ല ഇപ്പം വർക്ക് ചെയ്യാൻ താല്പര്യം അയാൾക്ക് എന്ത് ചെയ്യുന്നു വേറൊരു ഫീൽഡിലാണെന്ന് വിചാരിക്കുക അയാൾക്ക് ഒരു ടീച്ചർ ആവാനായിരുന്നു താല്പര്യം പക്ഷേ അയാൾക്കതിപ്പം സാധ്യമല്ല കാരണം ഐ ടിയിൽ ഇങ്ങനെ വർക്ക് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് ഫാമിലി അങ്ങനെയുള്ള പ്രശ്നങ്ങളും മീൻസ് ഫാമിലീനെ നോക്കണം ഇൻകം അതൊക്കെ എക്സ്പെൻസ് ഇതൊക്കെ ഫാക്ടറാണ് അപ്പൊ ഇങ്ങനെയുള്ള ഒരാൾ കൗൺസിലിങ്ങിന് വരികയാണ് ഓക്കുപേഷണൽ സ്ട്രെസ് ആണ് എനിക്ക് എൻവയോൺമെന്റ് മാറ്റാൻ പറ്റും നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മളെ മെത്തേഡ് യൂസ് ചെയ്തിട്ട് അയാളെ അപ്പ് ചെയ്യാനും സ്ട്രെസ് റിലീഫും ഇതിനൊക്കെയാണ് അതിനെ അയാളെ പ്രാപ്തരാക്കാൻ നോക്കുക പക്ഷേ സംടൈംസ് ഇൻ എക്സിസ്റ്റൻഷ്യൽ കൗൺസിലിംഗ് നമുക്ക് അയാളുടെ ഒരു ഡിസിഷൻ അയാൾ അയാളുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ചിട്ട് പോയി കഴിഞ്ഞാൽ അയാളുടെ ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ ആഫ്റ്റർ എഫക്ട് ഉണ്ടാകുന്നത് അയാൾക്ക് ഫേസ് ചെയ്ത് മുന്നോട്ട് പോകാൻ തയ്യാറാണോ ആവാൻ പറ്റുമോ എങ്കിൽ he can live a peaceful life എന്നുള്ള രീതിയിലായിരിക്കും ഡിസ്കഷൻ എക്സിസ്റ്റൻഷ്യൽ പോകുന്നത് പക്ഷെ അവിടെ ഇപ്പൊ ഉദാഹരണത്തിന് അയാൾക്ക് ക്വാളിഫിക്കേഷൻ്റെ അയാൾക്ക് ടീച്ചിങ്ങിലേക്ക് പോകണമെന്നായിരിക്കും പക്ഷെ ദർ ഇസ് എൻ ഓപ്പർച്യൂണിറ്റി ടീച്ചിങ്ങിൽ അയാൾക്ക് ഓപ്പർച്യൂണിറ്റി ഉണ്ട് കുറച്ചു കാലം കോളേജിലോ ഇതിലോ വർക്ക് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി അയാൾക്ക് കിട്ടുന്നുണ്ടെന്നായിരിക്കും പക്ഷേ ഇത് വിട്ടുകഴിഞ്ഞാൽ ദർ ഇസ് എ ഒരു സാലറിയിൽ എന്ത് ചെയ്യും സ്റ്റീപ്പ് ഡിക്രീസ് ഉണ്ടാവും അപ്പോൾ അത് അയാൾ ഫേസ് ചെയ്യാൻ തയ്യാറാണോ what is important for you whether that job is important or this money is important അതിന്റെ കോൺസിക്വൻസസ് എന്തൊക്കെയാണ് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ അത് എടുത്തു കഴിഞ്ഞിട്ട് നിങ്ങളുടെ വാല്യൂവും നിങ്ങളുടെ എക്സ്പെക്റ്റേഷനും നിങ്ങളുടെ ലൈക്കും അനുസരിച്ചിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇന്നതൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും are you able to accept that if you are if you are ready means you can you can go into that field എന്നുള്ളത് അയാൾ ഒരു ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു അങ്ങനെയുള്ള ഡിസ്കഷൻസിലേക്ക് അയാൾ കൊണ്ടുവരികയാണ് okay each individual each personality is different നമ്മളപ്പോൾ അവരുടെ പേഴ്സണാലിറ്റിക്ക് അനുസരിച്ചിട്ട് അയാളുടെ അവരുടെ കേപ്പബിലിറ്റിക്ക് അനുസരിച്ചിട്ട് അയാളൊരു ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നു autonomy These are the worst things. Yes, call after that. Yes, enable to uh, to enable people to accept the truth about themselves. Okay. ഞാൻ പറഞ്ഞല്ലോ ഒരു ഫിലോസഫിക്കലാണ് ഇപ്പോൾ ചിലപ്പോൾ ഒരു ലൗഡ് വൺസിൻ്റെ ഡെത്ത് ആണെങ്കിൽ നമ്മൾ ആ ഡെത്ത് എന്ത് ചെയ്യുന്നു ഡെത്ത് ഇസ് ഇന്നവിറ്റബിൾ എന്നുള്ള രീതിയിൽ ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അയാളെ ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡിസ്കഷൻസിലൂടെ അയാളെ എംപവർ ചെയ്യുന്നു to expand their perception on themselves and the world around them കുറച്ചും കൂടി ഒരു ബ്രോഡ് മൈൻഡഡ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ഒരു പെർസ്പെക്റ്റീവിനെ കാണാൻ വേണ്ടി പഠിപ്പിക്കുന്നു അയാളുടെ പെർസെപ്ഷനും മറ്റുള്ളവരുടെയും പെർട്ടിക്കുലർ ടെക്നിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ അങ്ങനെ പറയാൻ പറ്റില്ല ഇത് ആക്ച്വലി ഒരു ഒരു കൂടുതലും ആ ഒരു ഏരിയനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാണ് ചെയ്യുക പൊട്ടൻഷ്യലിനെ കുറിച്ചിട്ടും അയാളുടെ പൊട്ടൻഷ്യലിനെ കുറിച്ചിട്ടും അത് അച്ചീവ് ചെയ്യാൻ അയാൾക്കുണ്ടാകുന്ന ഡിഫിക്കൽട്ടിനെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്യുകയും അയാൾക്ക് ആപ്റ്റ് ആയിട്ടുള്ള അയാളുടെ പേഴ്സണാലിറ്റിക്ക് അനുസരിച്ചുള്ള ഡിസിഷൻ അയാൾ എടുക്കാൻ വേണ്ടിയിട്ട് റെസ്പോൺസിബിൾ ആക്കുകയും ചെയ്യുന്നു okay you are responsible for your happiness എന്നുള്ളതാണ് ഇതിന്റെ ഒരു കോർ കൺസെപ്റ്റ് ഓ So in humanistic approach, uh, we have mainly discussed about the person-centered approach, gestalt, and existential approach. Uh, ഇത് മൂന്നും പറയുന്നത് നമ്മൾ പേഴ്സൺ സെന്റേഡ് ആണ് പേഴ്സൺ ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് പേഴ്സൻ്റെ പേഴ്സൻ്റെ പൊട്ടൻഷ്യലും എംപവർ ചെയ്യുകയും ഉള്ള ഡിഫറെൻറ്റ് ടെക്നിക്കുകൾ യൂസ് ചെയ്തിട്ട് അവരതിനു വേണ്ടിയിട്ട് പ്രാപ്തരാക്കുകയും മുന്നോട്ട് പോകാൻ മോട്ടിവേറ്റ് ചെയ്യുകയാണ് ഇതിൽ ചെയ്യുന്നത് സിമിലാരിറ്റി അവർക്ക് ഉപ്പേരി ഞാൻ Can you mute yourself? Okay. So I'm not wasting time. സാർ ഒന്ന് മ്യൂട്ട് ആണ് വർഗി സാറോട് ഒന്ന് മ്യൂട്ട് ആവാൻ പറയൂ ആരാണ് hello no it is clear I think Uh, uh, uh, വളരെ പോയിന്റ്സ് മാത്രമാണ് പറഞ്ഞത് എലാബറേറ്റ് ആയിട്ട് ഹിസ്റ്ററി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു തെറാപ്പി മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് ടെക്നിക്സും കോൺസെപ്റ്റും മാത്രം പറഞ്ഞു പോകുന്നത് yes hello me, Uh, sir, can you speak, sir? Yes, yes. Please. Uh, the point is that uh, during that uh, uh counseling, I was told, I took one patient to the uh, experienced counselor. So he told that this person's having uh, dual personality. Dual personality. That is, intelligence is at the border. So he will be oh. all right only after 15 years that means hmm. even though if he's 25 now, his uh, intelligence is about 15 years only. So that he'll be hmm. very angry with the parents and all that. So hmm. only after 15 years, when he becomes 40 years of age, he will be all right. Then only you plan to marry. that uh, that advice, uh, he uh, uh, divorced at the age of 28, and now now he's 40 years. Now I contacted him. Now he's perfectly all right what the psychologist said is right. So I want to get clarification. What is the dual personality and what is the intelligence at the border? Please, if you don't mind. Intelligence, na? Hello. Yes, sir. Yeah, yeah. Uh, <clears throat> first of all, uh, intelligence actually ഇന്റലിജൻസിന്റെ ഒരു കോൺസെപ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് പ്യുവർലി നമ്മൾ ജനറ്റിക്കലാണ് intelligence we cannot increase through the this one ട്രെയിനിങ്ങിലൂടെയും മറ്റും ഇൻക്രീസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല മെഡിസിനും യൂസ് ചെയ്തിട്ട് ഇൻക്രീസ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല ബട്ട് ഫിഫ്റ്റീൻ ഇയേഴ്സ് ആയ ഒരാൾ ഐ മീൻ ഫോർട്ടി ഇയേഴ്സിൽ ആണ് അയാൾ ഫിഫ്റ്റീൻ ഇയേഴ്സ് ആയിട്ടുള്ള ഇന്റലിജൻസ് ഡെവലപ്പ് ചെയ്യാന്നാണ് പറഞ്ഞത് അല്ലേ ആ സമയത്താണ് മാരേജ് ചെയ്തപ്പോൾ സക്സസ് ആയി twenty six years marriage marriage was success utter failure and divorce because he was counsel പറഞ്ഞ് ഇരുപത്തിയഞ്ച് വയസ്സാണെങ്കിൽ കൂടി ആൾക്ക് പതിനഞ്ച് വയസ്സിന്റെ പ്രായോഗികമായിട്ടുള്ള ബുദ്ധിയുള്ളത് അതെ അതെ നമ്മുടെ ഐക്യു ഐക്യു ടെസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ എന്താണ് നമ്മുടെ mental age by chronological age ആണ് എന്ത് ചെയ്യുന്നത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അതായത് ഒരു ടാസ്ക് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പത്ത് വയസ്സായ ഒരു കുട്ടിക്ക് ചെയ്യാൻ പറ്റുന്ന ടാസ്ക് കൊടുത്തു കഴിഞ്ഞാൽ അയാൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇപ്പൊ ഹൺഡ്രഡ് ആണ് അതിന് പോയിന്റ് വെച്ചോ അപ്പൊ ഹൺഡ്രഡിൽ നയൻറ്റി കിട്ടിയിട്ടുണ്ടെങ്കിൽ നയൻ യെസ് ചെയ്യാൻ പറ്റുന്നുണ്ട് ബൈ ക്രോണോളജിക്കൽ ഏജ് എത്രയാണോ ഏജ് അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഐക്യമായിട്ട് ആയിട്ട് വരിക അപ്പൊ ചിലപ്പോൾ അയാൾക്ക് ആ പ്രായത്തിൽ ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല പക്ഷെ വേറൊരു ഇവിടെ ഒരു എനിക്കൊരു ഡൗട്ട് ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റലിജൻസ് ഇങ്ങനെ പ്രായം കഴിയുന്തോറും ഇൻക്രീസ് ചെയ്ത് വരില്ല okay at a certain stage it stops intelligence എന്ന് പറയുന്നത് അൾട്ടിമേറ്റ്ലി നമ്മൾ മെഷർ ചെയ്യുമ്പോൾ സമയത്ത് ഇപ്പൊ കോൺസെപ്റ്റ് മാറി പഴയ ഒരു ഇത് എടുക്കുവാണെങ്കിൽ റെസ്പോൺസ് അത് neural connections and how you respond fast memory and all it includes all cognitive functions okay intelligence ആ പോയിന്റ് പ്രായോഗികമായിട്ട് അവന് ഒരു നാൽപ്പത് വയസ്സാകുമ്പോൾ മാത്രമേ ഇരുപത്തി ആറ് വയസ്സുകാരൻ്റെ പ്രായോഗിക ബുദ്ധി ഉണ്ടാവുള്ളൂ എല്ലാ കാര്യങ്ങളിലും അതാണ് പോയിന്റ് അപ്പോഴാണ് marriage I'm not sure sir my knowledge age like twenties intelligence become saturated so ഈ കുട്ടിന്റെ കേസിൽ എങ്ങനെ പറഞ്ഞു എനിക്കറിയില്ല I'm not aware that sir I not able to Uh, maybe uh, there is some i don't know uh, sir maybe that is my intelligence the measure in a certain age is saturated um. Uh, 20, uh, so actually he must have meant the emotional quotient and not the intelligence quotient because as you rightly said IQ will never increase it's only the EQ which changes with age and experiences. maybe uh, you have to clarify sir i have doubt about uh, iq uh, but iq will not uh, increase after uh, after certain age it may be eq eq we can develop emotional quotient we can increase we can develop through the training and experience and all mm. and the second question dual uh, dual personality na? hello hello sir hello sir Varghese Varghese yes dual personality ഈ uh, എങ്ങനെയാണ് എന്താണ് ഡൗട്ട് സാറിന്റെ dual personality what is doubt exactly are you asking me Varghese yeah, yeah, yeah i'm asking you you told about dual personality now any uh, any incident or a അത് ഉണ്ടായത് വെച്ചാൽ അത് ട്വന്റി സിക്സ് ഇയേഴ്സ് മാരേജ് കഴിച്ചു അപ്പോ ഹാപ്പി ആയിരുന്നു കുറച്ച് നാള് കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ വൈഫിനെ അടിക്കാനൊക്കെ തുടങ്ങി അപ്പൊ സൈക്കോളജിസ്റ്റ് കൊണ്ടുപോയി സൈക്കോളജിസ്റ്റ് അപ്പോൾ വലിയ സ്ട്രെസ് നടത്തി നടത്തിയിട്ട് പറഞ്ഞു is totally unsuitable for a married life right no even though he's twenty six years old he be all right only after forty five years old then only be here he will have the maturity of twenty five years that was perfectly all right after divorce Now he's 45, uh, 40, above 40. Now he's all right. Now he's go, going to marry. Hmm. That whatever the psychologist predicted, he seems to be perfectly all right from this point of view. Hmm. But I am not getting how he predicted and all, but uh, as per my knowledge, it is not matching. Uh, here, I, he told us that dual personality means he will be very choral. He will, uh, uh, he will be laughing, playing, and like a boy only, even though he's 25. Mm, okay, okay, okay. That is not, uh, as per my knowledge, that is not a dual personality because uh, uh, if you observe the child, now he behaved like that only because his uh, IQ is not developed. Ah, okay, okay. At the age of 40 also, he has a uh, IQ of 15 years means he behaved like that only. Ah. that is his is, Sir, if uh, that, that is called mentally retarded, no? Mentally retarded. Yes, so that is the if it, if the dual personality is there, that is actually a psychiatric disorder. What I yeah, feel. Uh, that's why. That's why. Uh, I can't find any uh, this one dual personality here, and I have a doubt also after 40 years whether it is increased the uh -huh. intelligence. So he must be the psychologist must have thought in that way that after 40 he must be up, um, approaching with the 25 years of uh, IQ level. So that must be the reason that he must have dual personality, sir must be thinking of that thing. Maybe, maybe. Yes, yes. Okay, so otherwise there is a dual personality is absolutely coming under the psychiatric disorder. There is no Here <laughs> we can't compare that. Yeah, yeah. We cannot compare with the normal persons in that way. Yeah, yeah. yeah. Anyway, this intelligence, uh, um, next uh, next week we will capture this doubt, okay? I have a oh. doubt eh, after saturation whether it will not happen. Uh, so this may be hmm. different case. I don't know. Okay, we'll move forward. Okay, thank you, sir. Uh, so next slide. I quickly start uh, this one. Now, cognitive therapy and uh, transaction analysis left. So, I just start cognitive and we will have a break after that. slide is not coming Okay. okay uh, just uh, do you have any knowledge about uh, cbt cognitive behavior therapy okay i'll start from the beginning no sir okay so this therapy is more focused on cognitive approach this is more uh, directive approach we can say like that okay because we are dealing with the client and we are actually challenging uh, the cognitive part of the client. So can you please share it? Uh, I think it's already uh, now 250. So after the break, actually, I can start. That will uh, otherwise the flow will be disturbed. Okay. Before that, just I am giving you a task. Okay. Mm. So one case, okay. Don't answer now. Just think and uh, after the break, uh, when you come, you just uh, keep it in your mind, the answer. When I ask, you can tell. <clears throat> Uh, the case is like this. One, one lady is coming to you, okay. And she says, I have affair with extramarital affair okay but my husbands uh, don't know about this so she is approaching you and telling that actually i have this affair but uh, my husband is not aware that uh, so Can he share your screen no? no? no it's not in the screen just i'm telling the this one incident no, just keep it in your mind and uh, uh, find out the answer can you hear me ma'am yes yes yes the case is like this uh, one lady is coming to you and telling that I have extramarital affair and my husband uh, does not know about this. And he loved me very much and he actually cares me, everything he gives. But uh, I don't know what happened to me. Uh, but I can't forget this person also. So what to do? Okay, that is the question he uh, she is asking to you. So you are a counselor and how you go forward? move forward this case. Okay. Answer after break only, sir? Answer after break, yes, yes, answer after break. Just think about it. And by considering all these uh, points, I mean, the uh, whatever we discussed, the counseling uh, and the per, uh, humanistic perspective and all, how you deal this case. Okay. Okay. So we will meet again at uh, now it is 2 3 o'clock we'll meet okay just come with that. then we move to uh, cognitive uh, therapy and transaction analysis Yes, sir thank you thank you so much yes thank sir, you, thank, sir. You. thank you sir thank you sir, thank you, sir. Next section 250. 250. Two fifty eight la one